the book is called Cognitive Psychology. Cognitive Psychology. കിട്ടാണ് ഇതിനകത്ത് എല്ലാം ഉണ്ട് ലെവൽ ഇത് കൂടുതലാണ് കുറച്ച് അഡ്വാൻസ്ഡാണ് ആണ് ഇത് ഇതിനകത്ത് ഇതിനകത്ത് ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് see the page really explain the creativity ഉണ്ടോ ക്രിയേറ്റിവിറ്റി മാത്രമാണ് ക്രിയേറ്റിവിറ്റി മാത്രമാണ് ഇത്രയും ഉള്ളത് ആ ക്രിയേറ്റിവിറ്റി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അതിനകത്ത് ആ പോയിന്റ് ഒന്ന് എഴുതിയെടുത്തുള്ളൂ ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് stages of creativity prepare stages of creativity process of stages stages stage one creative creative creative എന്ന് പറഞ്ഞു വിടും തിങ്കിങ്ങിനകത്ത് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു പറഞ്ഞു ഓർക്കുന്നുണ്ടോ ക്രിയേറ്റീവ് തിങ്കിങ് അതിനകത്ത് സ്റ്റേജസ് എഴുതിക്കോളൂ first one is call preparation എന്നുവെച്ചാൽ തലയിൽ എന്തെങ്കിലും വീണ ഉടനെ നമ്മൾ ആലോചിക്കുക preparation stage second stage is incubation incubation incubation നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് അടുത്ത സ്റ്റേജിലേക്ക് പോകാം ദെൻ ഇലുമിനേഷൻ നമ്മളെ എക്സ്പെരിമെൻ്റ് ഒക്കെ നടക്കുന്ന സ്റ്റേജ് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുന്ന illumination illumination next was call verification അതാണ് ഡിഫറെൻറ്റ് സ്റ്റേജസ് വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ റിസൾട്ട് കൊടുക്കുക four stages in creative thinking ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റീവ് തിങ്കിങ് എല്ലാം ഒന്ന് തന്നെയാണ് creativity creative thinking it is a cognitive activity creativity അപ്പം ഇത് ഇതിൻ്റെ പോയിന്റ് മാത്രം പറഞ്ഞുള്ളൂ അതിൻ്റെ ഫംഗ്ഷനും എന്നൊക്കെ പറഞ്ഞ് കുറേ തിയറികളുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ബി എ ബി എസ് സിക്ക് നിങ്ങൾ ബി എ ബി എക്ക് പഠിക്കേണ്ട കാര്യമില്ല പക്ഷെ ആർക്കും those are interested you can buy one book creativity ഇതിനകത്ത് മെമ്മറി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ബുക്കുണ്ട് ഇറ്റ് സൈക്കോളജി ജനറൽ സൈക്കോളജിയുടെ introduction to psychology another book introduction to psychology those or interest you can buy ഇതൊക്കെ വായി വാങ്ങിച്ചാൽ പോരാ വായി എഴുതി ഇത് ഫോറിൻ ബുക്കാണ് it's not available in India ഞാൻ ഇവിടെ കണ്ടിട്ടില്ല അന്വേഷിച്ചത് കിട്ടിയിട്ടില്ല but you can search the name of the book is call psychology psychology psychology. Written by Kreider. Okay, can you see it clearly? Uh, another book, Introduction Psychology, Clifford and Morgan. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ബുക്ക് ഇതിവിടെ കിട്ടുന്നതാണ് ഇതിന് വലിയ വില ഉണ്ടാവില്ല ഒന്നോ രണ്ടോ book I think my my suggestion is you must buy one or two books and go through it ഒന്നോ രണ്ട് ബുക്ക് ഒന്ന് റെഫർ ചെയ്യണം അല്ലാതെ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ പോരാ ബാക്കി ഇതിനകത്ത് ഞാൻ പറഞ്ഞു നോക്കേണ്ട industry psychology education psychology the counselling ഇത് എല്ലാം നിങ്ങളുടെ ബുക്കിനകത്ത് കിടപ്പുണ്ട് page number twenty twenty three twenty four twenty five perception perception perception നിങ്ങൾ എടുത്തു അതിനകത്തുള്ള തിയറികൾ it's very very important just all principle of perceptual organisations very very അത് മറന്നു പോകരുത് ബാക്കിയുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അത് നീ പഠിക്കേണ്ടതാണ് അത് എല്ലാം പഠിക്കുന്നത് ഓരോ എഫക്റ്റും എന്താണെന്നുള്ളത് ദെൻ ലാംഗ്വേജ് ലാംഗ്വേജിൻ്റെ മെയിനായിട്ട് ഡെഫിനേഷൻസ് വേണം നിങ്ങളുടെ page number seventy one page number seven you take page number seventy one stages of thinking clear ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് stages of thinking page number 71 one preparation incubation elimination verification കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോ എളുപ്പമാകുകയല്ലേ ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോ എളുപ്പമാകുകയല്ലേ പ്രോബ്ലം സോൾവിങ് ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം ഞാൻ ഇന്നലെ പറഞ്ഞതാണ് page number seventy three page number seventy three page number seventy three okay first one is call the problem identification അത് പ്രോബ്ലം നമ്മൾ പറയുകയാണ് ഒരു വളരെ സിമ്പിൾ ഒരു ഉദാഹരണത്തോടു കൂടി പറയും ഇത് നിങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉദാഹരണമാണ് എന്നാലും അറിയാം suppose we are on a tour we are on a tour we are go we though anybody does not know English I hope sorry Malayalam I think everybody knows Malayalam ആരെങ്കിലും മലയാളം അറിയില്ലാത്തതുണ്ടോ So first one is called the problem identification. Suppose we are we are on a tour. We are on a tour. നമ്മൾ കുറെ കറങ്ങി വന്നിട്ട് when we are entering to Kerala border, maybe through Walayar, maybe through um, um, Manandawadi, Wayanad area, immediately we got an information that there is an hartal in Kerala. That is quite natural, common. എന്ന് വേണമല്ലോ ആകാം ഇപ്പം അത്രയില്ലെങ്കിലും ഉണ്ടെങ്കിൽ you just think about that there is a hartal then there is a problem. There is a problem identification. We understood there is a problem. The second stage a definition of the problem. Then we are we are inquiring about it. What is the problem? What happened? Again, then constructing the strategy for problem solving. So we are collecting all the information. What we can do? How we can? We want to inf inform at the, our our house We are thinking about the money after a long tour. You you might have spent all your money, nothing in your hands. You are hungry. You want to change the dress. Everything is there. So constructing the strategy. What are the planning we are going to do? That organization about the problem. So all the problem നമ്മൾ ക്രോഡീകരിച്ച് ഇന്ന ഇന്നതാണ് നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് വേണം ഇൻഫർമേഷൻ ചെയ്യണം വന്നു then allocating the uh, resources. That means we are forming a strategy. That is solutions. കുറേ സൊല്യൂഷൻസ് ഉണ്ടാവും a lot of solutions then what we are doing implementing the implementation of one solution if it is solved the problem is solved otherwise we will remove it then we will identify another solution we will put on it implement the next solution so once the problem till the problem solving we are putting another one by one solution once the problem is solved the problem it is over. That's called the problem solving. So identification, you are collecting the information, then we are forming the solution strategies, then finding one, one solution, implementation, if the problem is solved, then okay, otherwise we are finding another solution, we are implementing it. This is a problem solving. That is page number 33. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് same thing same thing you go to page number seventy five page number seventy five that the decision making then the language ആര് ചോദിച്ച് ലാംഗ്വേജ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു അത് ഞാൻ ഇന്നലെ പിള്ളേരുടെയൊക്കെ കഥ പറഞ്ഞ് പറഞ്ഞതാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കാഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടിയെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് it's very easy very easy നമ്മൾ ഇത് പഠിക്കാനായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് സൗണ്ട്സ് ഉണ്ടാക്കുന്നു then we are forming the words then the sentence then grammars we are putting, then the full sentences we are saying. That's the language development. Then learning, theories of learning, very, very important. Theories of learning are very, very important. ഇതിനകത്ത് കോൺസിക്വൻസ് തിയറീസ് മാത്രം പഠിച്ചാൽ പോരാ ഇത് ഇംപ്ലിമെൻറ്റേഷനും കൂടെ നിങ്ങൾ പഠിക്കണം Starting with the theory of classical conditioning, page number 88. You can see the pictures. Page number 88. Erto, page number 88. Yes, sir. Theory of classical conditioning. Theory of classical conditioning. First one, unconditional response. Unconditional simile. First one is the food. Go to And now, you have given the food. Page number 88. Page number 88. First one is the before condition that is called unconditional stimuli unconditional response the second one is called Ah, giving then- bell the third one is called bell and food together the last one is only the bell Ah, That's called unconditional stimuli and unconditional conditional stimuli and conditional response. classical conditioning. Next one is called operant conditioning. Then അതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് പനിഷ്മെന്റ് പറയുന്നുണ്ട് അത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിന്റെയും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് പിന്നെ അടുത്ത് നോക്കിയോ that's very very important page number ninety two schedule of enforcement schedule of ninety two page number ninety two schedule of enforcement fixed ratio variable ratio fixed interval variable interval എന്താ അത് നോട്ട് ചെയ്യണം that is very very important കാരണം ഞാൻ ഈ പറയുന്ന കാര്യം എടുത്തെടുത്ത് പറയുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക സ്കെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് അത് എപ്പോഴും S R learning S R learning or operant learning എഴുതുമ്പോൾ you must write schedule of reinforcement ഇല്ലെങ്കിൽ മാർക്ക് കിട്ടൂല ഇല്ല മാർക്ക് കിട്ടില്ല പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ മാർക്ക് കിട്ടൂല ബോക്സ് ആയിട്ട് തന്നെയാണോ പഠിക്കണ്ടേ അല്ല അല്ല നോ ബോക്സ് നോട്ടാണ് അങ്ങനെ ബോക്സിനകത്തല്ല കൊടുക്കുന്നത് ഷെഡ്യൂൾ ഓഫ് റീഎൻഫോഴ്സ്മെന്റ് എന്നൊക്കെ പറഞ്ഞ അതിനകത്തല്ല കൊടുക്കുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് one number one number two number three എന്ന് പറഞ്ഞു അതുപോലെ തന്നെ classical condition page number eighty nine page number eighty nine extinction generalisation discrimination and spontaneous recovery eighty nine കണ്ടോ കണ്ടു കണ്ടു അതിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു എഴുതിയിട്ടുണ്ടോ നോക്കൂ കണ്ടീഷൻ റെസ്പോൺസ് അൺകണ്ടീഷൻ റെസ്പോൺസ് ഒക്കെ പറഞ്ഞു എഴുതിയിട്ടുണ്ടോ നോക്കൂ അത് എപ്പോഴും തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ എഴുതിയാൽ അത് എഴുതണം extinction discrimination generalisation and recovery കൃതി മനസ്സിലായോ സർ അതാ ഓർഡർ ആണോ വരുന്നത് ഓർഡറിൽ എഴുതണമെന്നൊന്നുമില്ല പക്ഷേ എക്സ്റ്റെൻഷനും ഇതും അവസാനം എഴുതണം ആദ്യം ആദ്യം എക്സ്റ്റൻഷനാണ് പിന്നെ ലാസ്റ്റാണ് എഴുതിക്കുന്നത് സ്പണ്ടേനിയസ് റിക്കവറി അപ്പം സ്പണ്ടേനിയസ് റിക്കവറി എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും എക്സ്റ്റെൻഷൻ എഴുതാതെ സ്പണ്ടേനിയസ് റിക്കവറി എഴുതരുത് കാരണം എക്സ്റ്റെൻഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്നതാണ് സ്പണ്ടേനിയസ് റിക്കവറി എക്സ്റ്റൻഷൻ എന്താണെന്നറിയാം നമ്മൾ കുറേ പ്രാവശ്യം കൊടുക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്പോൺസ് ഉണ്ടാകുകയില്ല page number eighty nine page number eighty nine എടുക്കൂ എടുത്തു സാർ ആ പേജ് നമ്പർ എയ്റ്റിനകത്ത് some principles of classical conditioning എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമ്മൾ കൊടുത്ത് പസിൽസ് ബോക്സിൻ്റെ കൊടുത്തിരുന്നു കണ്ടോ കോഗ്നേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ നയൻറ്റി സിക്സ് പിന്നെ insight learning Wolfgang Kohler പിന്നെ എങ്ങനെ എങ്ങനെ പഠിക്കുന്നു how how we are we are learning learning by Uh, the mental imaginary, Namala Aloich, Namala Padija, regressal, repetition again at the page you could The same next one is called the memory. Memory is the ability, memory, memory and forgetting. Next one is called the memory and forgetting. Memory is the ability of a person to recollect what already, what he already learned at the time of need. Memory is the ability of a person to recollect what we already learn at the time of need പഠിച്ച കാര്യങ്ങൾ ആവശ്യം വരുമ്പം ഉപയോഗിക്കാൻ തിരിച്ചു വിളിക്കാനായിട്ട് സാധിക്കുക the ability of a person to recollect what we already learn at the time of need there are three types of memory ones is call sensory memory or immediate memory ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ പേജ് വെച്ച് പറഞ്ഞു തരാം ഇപ്പം നിങ്ങൾ പറയുന്നൊന്ന് കേൾക്കൂ the ability of a person to recollect what you already learned at the time of need there are three types of memory sensory memory short term memory and long term memory sensory memory which you can recollect immediately kaiya odane thanne namukku recollect cheyan sadhikya short term memory which you can recollect within 20 seconds ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ചോദിച്ചാൽ പറയും ഇരുപത് സെക്കൻഡ് ഉള്ളിൽ ചോദിക്കണം അത്രേ ഉള്ളൂ once you rehearse it again and again so repeat it again and again it will go to short term memory കുറച്ച് സമയം കൊണ്ട് നമുക്ക് കഴിഞ്ഞാൽ മതി once you repeat once you repeat and register it it will go to long term memory അതാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് എടുക്കാൻ പറ്റുക നമ്മൾ അത് മറന്നു പോകുന്നതല്ല once you repeat and register it then it will go to a long term memory So memory is the ability of a person to recollect what, already, what he already learned at the time of need. There are three types of memory. Sensory memory, that immediately within 20 seconds you can recollect. Then short-term memory, once you repeat it again and again, it will go to short-term memory. And then you register and store it properly. You can recollect at any point of time, even till the end of your life. ജീവിത അവസാനം വരെ നമുക്ക് റീകളക്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയല്ലേ നല്ല ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുകയല്ലേ ഓ മറന്നുപോയോ നമ്മളിപ്പോൾ ഏറ്റവും രസകരമായ സംഗതി എന്താ when you seal the Alzheimer's patient Alzheimer's അറിയാവല്ലോ അല്ലേ അവര് അവര് ഭയങ്കര വിറ്റാണ് നമ്മൾ നമ്മൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പറയും ഒരു ഒരു ബോധവും ഇല്ലാതിരിക്കും ഒരു പഴയ ഒരു കാര്യം ഓർക്കുന്നില്ല അപ്പൊ നമ്മൾ മക്കളോട് പറയും അച്ഛൻ്റെ മെമ്മറി പോയി ഏ അച്ഛന് ഭയങ്കര മെമ്മറിയാണ് അച്ഛൻ പഴയ കാര്യങ്ങൾ ഇരുന്ന് പറയുന്നുണ്ട് memory no we are thinking about immediate memory രാവിലെ എന്ത് കഴിച്ചു അതറിയില്ല ഇതാര് കണ്ട് പേരറിയില്ല ഇതാരാണ് ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നും മകളെ കണ്ടിട്ട് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അപ്പം വല്ലതും പറയാൻ തുടങ്ങും പിന്നെ നമ്മൾ മോളെ മാറ്റി നിർത്തേണ്ടി വരും കാരണം എന്താ വെച്ചാൽ പിന്നെ പറയുന്നത് ചിലപ്പോൾ നമുക്ക് മോഡം ഉപയോഗിച്ച് പറയാൻ പറ്റാതായിരിക്കും കാരണം പഴയ കാര്യങ്ങളായിരിക്കും പറയുന്നത് ചിലപ്പോൾ ഭാര്യയെ കണ്ടിട്ട് പറയും ഇതെന്റെ മോളാന്ന് പറയും ഭാര്യ ഇരുന്ന് കരയും ഞാൻ മോളല്ല ഞാൻ ഭാര്യയാന്ന് പറയും പക്ഷേ അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഇത് പോകില്ല എനിക്ക് എനിക്ക് പറ്റിയതാണ് കാരണം എൻ്റെ എന്നെ പഠിപ്പിച്ച ഹെഡ് മാസ്റ്റർ അന്ന് ഹെഡ് മാസ്റ്ററാണ് കോട്ടയത്തല്ല ഞാൻ ഒരു ദിവസം ചെന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം അദ്ദേഹം പറയുന്നില്ല കണ്ടതായിട്ട് പോലും പരിചയമില്ല ഞാൻ പറഞ്ഞു സാറ് ഞാൻ പ്രകാശ് ചന്ദ്രനാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് ഞാൻ ഓട്ടി വന്ന് വൈഫിനോട് പറഞ്ഞു സാറിൻ്റെ മുഴുവൻ ഓർമ്മയും പോയി ഭയങ്കര സങ്കടമാണ് നമുക്ക് ഒന്ന് കാണാൻ പോകാന്ന് വെച്ചാൽ രാവിലെ വൈഫിനെയും കുട്ടിക്കൊണ്ട് സാറിൻ്റെ അടുക്കൽ ചെന്ന് കയറി തന്നെ ആദ്യം ആ പ്രകാശ് ചന്ദ്ര താൻ എപ്പം വന്നു എൻ്റെ വൈഫിനോട് എൻ്റെ സ്കൂളിൽ പഠിച്ച കഥകളും സാറ് പഠിപ്പിച്ച കാര്യങ്ങളും ബയോളജി പഠിപ്പിച്ച എല്ലാം പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഭാര്യ ആദ്യം അറിയാം നിങ്ങൾക്ക് നല്ല നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണണം കേട്ടോ നിങ്ങൾക്ക് ഓർമ്മ പോയതാണ് എന്റെ മോഹൻ തോന്നി നിങ്ങൾക്ക് ഓർമ്മ പോയി നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് സാറ് പഴയ കാര്യങ്ങൾ ഓർക്കും ഞാൻ പറഞ്ഞു ഇതാണ് അൾട്ടിമസിൻ്റെ കുഴപ്പം പഴയ കാര്യങ്ങൾ ഓർക്കുക ചില ഉള്ളു ചില സമയത്ത് ഓർക്കുകയില്ല എന്ന് പറഞ്ഞ് വിശ്വസിച്ചില്ല പക്ഷേ പുള്ളിക്കാരുടെ കൊച്ചച്ഛന് അക്ഷേപസ് വന്നപ്പം പഠിച്ചു ഞാനീ പറഞ്ഞ് ശരിയാന്ന് മനസ്സിൽ അത് കഴിഞ്ഞ് പതിനഞ്ച് വർഷം ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ കൊച്ചച്ഛൻ അച്ഛൻ്റെ അനിയനും അക്ഷേപസ് വന്നു അപ്പോൾ പിടികിട്ടി ഇതാന്ന് പിടികിട്ടി കാരണം പഴയ കാര്യങ്ങളെല്ലാം ഓർക്കും പുതിയ കാര്യങ്ങൾ ഓർക്കില്ല അതാണ് നമ്മൾ ഈ മെമ്മറി നമ്മൾ നോക്കുമ്പോൾ ഓർക്കണം അത് ബ്രെയിൻ്റെ ചെയ്തുകൊണ്ട് നമ്മൾ ബയോസൈക്കോളജി പഠിക്കുമ്പം നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും ബയോസൈക്കോളജി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത അടുത്ത നൂറ്റാണ്ട് I think one or two is biopsychology then you learn more about it so memory പല ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട് സിമാറ്റിക് മെമ്മറി ഉണ്ട് എപ്പിസോഡ് ചിലപ്പോൾ ചിലർക്ക് നമ്മൾ ഇപ്പോൾ ഇരിക്കും ഭയങ്കര വിറ്റ് ഞാൻ പറഞ്ഞാണ് ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച മുമ്പ് ക്ലാസ് എടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞു നമ്മൾ എപ്പിസോഡിക് മെമ്മറിയോ സിമാറ്റിക് മെമ്മറി അതായത് നമ്മൾ ഇയറും ഒക്കെ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇയർ ഓർത്തിരിക്കുക ഇൻസിഡൻറ്റ് ഓർത്തിരിക്കുക അപ്പം ഞാൻ തൊട്ട് മുമ്പ് ഇരുന്ന് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ എന്ത് സംഭവിച്ചു യാതൊരു സംശയമില്ല സാർ ജനിച്ചിട്ടില്ല ആ കുട്ടി അപ്പോഴേ പറഞ്ഞു ഞാൻ ജനിച്ചിട്ടില്ല ക്ലാസ് മുഴുവൻ ചിരിച്ചു പുള്ളിക്കാരത്തിക്ക് ഒരു പിടി പുള്ളി ഇല്ല സാർ ഞാൻ ജനിച്ചിട്ടില്ല ഞാൻ നയൻറ്റി ഫോർട്ടി ഞാൻ പറഞ്ഞ മോളെ ഇത് ഞാൻ മെമ്മറിയെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് എപ്പിസോഡിക് നമുക്ക് ചിലർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഓർത്തിരിക്കാതായി ഞാൻ ഇന്ന ദിവസം ജനിച്ചു പഴയ അമ്മമാരൊക്കെ പറയുന്നതായിട്ടില്ല ആ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന് നീ ജനിച്ചത് നമ്മുടെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ നമ്മളെ സമയവും കാര്യങ്ങളൊക്കെ സമയം ആ മോൾ ഇത്ര മണിക്ക് ഇത്രാം തീയതി രാവിലെ വെളുപ്പിന് ഇത്ര മണിക്കാ പറയും പക്ഷേ വളരെ നല്ല ഭാഗ്യമുണ്ട് ഇപ്പോഴത്തെ അമ്മമാരോട് ചോദിച്ചാൽ ജനിച്ച സമയം അറിയുണ്ടാവില്ല ഡേറ്റും അറിയുണ്ടാവില്ല മക്കളെ മക്കൾ ജനിച്ച് ഇനി എത്ര മക്കളുണ്ടെന്ന് പിന്നെ ചോദിക്കേണ്ടി വരും അത് വേറെ സംഗതി മക്കളുടെ പോലും ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ചിലപ്പോൾ ചോദിക്കുന്നു ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ എന്നെ കാണാൻ പറ്റുന്ന ചോദിക്കും സാറേ ഇവിടെ ജാതകം ഉണ്ടോ ഞാൻ പറയാം അത് കുഴപ്പമില്ല സമയം എന്താ ഉടനെ അവിടെ നിന്ന് ഞാൻ എൻ്റെ അമ്മയോട് വിളിച്ചു ചോദിക്കട്ടെ പുള്ളിക്കാരി പ്രസവിച്ചത് പുള്ളിക്കാരിയാ കൊച്ചിൻ്റെ സമയം പറയണമെങ്കിൽ ഗ്രാൻഡ് മദർ വേണം സ്വന്തം സമയം എത്ര പേർക്കറിയാതെ എനിക്കത് ജനിച്ച സമയം ഇനിയെങ്കിലും ഒന്ന് നോക്കി വെച്ചോളൂ എപ്പോഴാണ് ജനിച്ചതെന്നൊന്ന് ചോദിച്ചു വെക്കുക അമ്മമാര് വീട്ടിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചു വെക്കുക ഞാൻ ഏത് ദിവസം ഏത് ഏത് മാസം ഏത് വർഷം അത് ജനിച്ചോന്ന് ചോദിക്കുക ജനിച്ചെന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ വല്ല തവിട വല്ലതും കൊടുത്ത് വാങ്ങിച്ചതാണെങ്കിലോ അങ്ങനെ പറയല്ലേ തവിട് കൊടുത്ത് വാങ്ങിച്ചാൽ നിന്നെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചുറ്റിപ്പോവും അതുകൊണ്ട് ഒന്ന് ഒന്ന് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ ഒന്ന് എടുത്തു വെച്ചേക്കുക നമുക്ക് മക്കളുണ്ടെങ്കിൽ ഇതൊന്ന് എഴുതി വേറെ ഒന്നിനും കൊണ്ടല്ല ജാതകം നോക്കാനായിട്ടൊന്നുമല്ല അറ്റ്ലീസ്റ്റ് ആ ശുഭമുഹൂർത്തം നമുക്കൊന്ന് അറിയണ്ടേ നമുക്കൊരു കുട്ടി ഉണ്ടായത് വേണോ വേണ്ടയോ പ്രസവിച്ച ആണെങ്കിലും മക്കളുടെ സമയവും ഡേറ്റും ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് അപ്പം മക്കൾ അച്ഛ ഇത് തന്നെയാണോ ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല ഇത്ര സമയമാണ് ഒമ്പത് മണി മണി പതിമൂന്ന് മിനിറ്റ് അല്ല അഞ്ച് മണി കഴിഞ്ഞ് പതിനേഴ് മിനിറ്റ് ഇതൊക്കെ നമ്മൾ കുറെ കറക്റ്റായിട്ട് നോക്കി three types of memory three types of memory അതിനകത്ത് അതിനെ പിന്നെ long term memory again divided അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും so how we can improve the memory there are different methods to improve the memory the first method first method is call recitation method recitation ചെയ്യാം പാടി പാടി പഠിക്കും ഇപ്പൊ പിള്ളേരൊക്കെ നമ്മൾ A B C D E F G L M N P Q R S T നമ്മൾ പഠിച്ചതല്ലേ എ ബി സി ഡി എന്നാണ് നമ്മൾ പഠിച്ചത് ഇപ്പൊ പിള്ളേർ എങ്ങനെയാണ് പഠിക്കുന്നത് പാട്ട് പഠിപ്പിക്കുക ഇറ്റ്സ് വെരി ഈസി പാട്ടിലൂടെ കണക്ക് പഠിക്കാൻ പാട്ടിലൂടെ കണക്ക് അങ്ങനെ ഒരു പുസ്തകമുണ്ട് പാട്ടിലൂടെ കണക്ക് പഠിക്കാം next one is call repetition പറഞ്ഞു പറഞ്ഞ് പഠിക്കുക അത് നമ്മൾ പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് പറയേണ്ട കാര്യമില്ല ഒരു കാര്യമുണ്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അവർ മനസ്സിൽ കയറ്റിയിരിക്കും ആണുങ്ങൾ മോശമല്ല കേട്ടോ ഞാൻ പെണ്ണുങ്ങളെ പറഞ്ഞ പെണ്ണുങ്ങളെ മാത്രം ആണുങ്ങളും എങ്ങനെയാണ് പറഞ്ഞു ചില ആവശ്യമില്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ മനസ്സിൽ നിന്ന് പോവില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മൊബൈലിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ കണ്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾ രാത്രി എന്തിനാ ഫോൺ കൊണ്ട് ഒളിച്ചിരുന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് ഞാനൊരു മെസ്സേജ് കണ്ടല്ലോ പറഞ്ഞ് പറഞ്ഞ് വീണ്ടും വീണ്ടും മനസ്സിൽ വരും ഞാൻ വരുന്ന ആൾക്കാർ പറയും ഇതൊന്ന് ആദ്യം എടുത്ത് കളം മനസ്സിൽ നിന്ന് എന്നിട്ട് നമുക്ക് ചിന്തിക്കാം എന്നാലും അത് ചെയ്യില്ല ഇരുപത്തിരണ്ട് വർഷമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വരും ഭർത്താവ് ഒരാളോട് സംസാരിച്ചു എന്നിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ എന്നാ ഡൈവോഴ്സ് വേണം അത് പറ്റിയാലും അത് പരിപാടി നടക്കുകയല്ലേ ഒരു കുട്ടി എന്നെ പറയാം എന്താണ് ഇവനെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ ഇട്ടിട്ട് പോകുന്ന പരിപാടിയില്ല നല്ല രസം when you are sit in the council you will get lot of stories experience actually it is an experience in our life നമ്മൾ വേറെ രോഗം എന്നുള്ളത് കൊണ്ടല്ല when they are telling something നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് വിചാരിക്കും I am telling all of all of us അവിടെ ഇരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവില്ല ഇതിലും നമ്മൾ പെട്ടില്ലല്ലോ എന്ന് മനസ്സിലാവുള്ളൂ so the reputation method first one is the uh, rhythm, rhythmatic, repetition, recit, that is called നമ്മൾ പാടി പാടി പാടി പാടി നമ്മൾ പഠിക്കുക നമ്മൾ പാട്ടൊക്കെ പഠിക്കുന്നത് അങ്ങനെയാണ് സിനിമാ ഗാനങ്ങളൊക്കെ ആരെങ്കിലും എഴുതി പഠിക്കാറുണ്ട് ആരെങ്കിലും കേട്ട് കേട്ട് പഠിക്കുക നമ്മൾ പാടി പാടി നമ്മൾ പഠിക്കുക ദെൻ പാരഗ്രാഫായിട്ട് പഠിക്കുക പാർഷ്യൽ ലേണിംഗ് വലിയൊരെണ്ണം ഉണ്ടെങ്കിൽ പാർഷ്യൽ ലേണിംഗ് കുറേശ്ശെ കുറേശ്ശെ ഇതൊന്നും ബുക്കിനകത്ത് ഉണ്ടാവില്ല ഞാൻ പറയുകയാണ് ദ ഹോൾ ലേണിംഗ് മുഴുവൻ നമ്മൾ ഒരുമിച്ച് പഠിക്കുക the whole learning then mnemonic method mnemonic method we are knowingly unknowingly we are using some methods some method കാരണം എന്നാ വെച്ചാൽ നമ്മൾ ഒന്ന് സിംബോളിക് നമ്മൾ പഠിക്കും സിംബോളിക് നമ്മൾ അറി അറിയാതെ ചില numbers phone number example nine eight four seven three three nine nine seven three നമ്മൾ ആദ്യത്തെ നാലെണ്ണം അഞ്ചെണ്ണം ഒരുമിച്ച് പഠിക്കും ദെൻ അടുത്ത അഞ്ചനം പഠിക്കും സോ നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കും അങ്ങനെയല്ലേ പഠിക്കുന്നത് അല്ലേ ചില രണ്ടായിട്ട് പഠിക്കും ഒമ്പത് എട്ട് നാല് ആറ് മൂന്ന് രണ്ട് ഒന്ന് ഒന്ന് അങ്ങനെ പറയുന്ന കേൾക്കാം ചില അഞ്ചെണ്ണം പറയും ഒമ്പത് എട്ട് നാല് ഏഴ് പൂജ്യം മൂന്ന് ഒമ്പത് ഒമ്പത് ഏഴ് ഒന്ന് അങ്ങനെ പറയും so it is call the dividing and we are learning പിന്നെ വേറൊരു മെത്തേഡ് ഉണ്ട് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല all the first le, uh, sentence in the first letter Example CPU, Central Processing Unit, CPU. The first letter, Central Processing Unit. That is clearly so. Memory, memory is the ability of a person to recollect what he already received at the time of uh, uh, already the ability of a person to recollect what, what already learned at the time of need. There are different types of memory sensory memory, short-term memory, and long-term memory. Sensory me memory, which you can recollect within 20 seconds. Short-term memory, you can, once you repeat it again and again, it will go to the sensory memory. You, you can recollect it later stage. Once you repeat and register, that is the most important thing, repeat and register, it will go to long-term memory which you can recollect even till the end of your life. And how you can improve your memory. Recitation method, repetition method, paragraph learning, mnemonic and lo loci loci അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ന്യൂമോണിക് ആൻഡ് ലോസി മെത്തേഡ് ഇത് പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ is forgetting. Forgetting is the inability of a person. Forgetting വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മെമ്മറി കാർഡും കൂടി ഫർഗറ്റിങ്ങിനെ കുറിച്ച് ചോദിക്കാറ് പിന്നെ മെമ്മറിയുടെ രണ്ട് മൂന്ന് തീരുമാനം പറഞ്ഞേക്കാം സാധാരണഗതിയിൽ നമുക്ക് ചോദിക്കാറില്ല പറയാറില്ല പക്ഷെ ചിലപ്പോൾ എഴുതാം the first method coding and decode just what you are entering to the computer കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലൂടെ നിങ്ങൾ അടിക്കുകയാണ് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലൂടെ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ആക്ച്വലി കമ്പ്യൂട്ടർ ശേഖരിക്കുന്ന computer language that is called the coding when you want to enter again, you want to trace it again, you want to get it back again, then it is called decoding. The same way sen- something entering to the brain through your sense organ, that is coding. recording means when, when you, want, want to recollect it, it is called decoding. So that is called coding and decoding. Other method is called once entering to the sense the, the brain that is in the short-term memory. Once you repeat it again and again, it will go to sh short-term. Uh, once you are entering, it is going to the sensory memory. Once you repeat it again and again, it is going to short term memory if you are not repeating you will forget about it once you repeat and register it it will go to the long term memory that is called your memory that is the second theory the other one is called forgetting forgetting is the inability of a person to recollect what he already learned at the time of need പഠിച്ച കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കാൻ പറ്റാതെ വരിക the natural what are the causes or reason for forgetting മറക്കാനുണ്ടാകുന്ന കാരണങ്ങൾ നമ്പർ വൺ ഏജ് പ്രായമാകുമ്പം സാധാരണ കാര്യങ്ങൾ മറന്നു പോകും when time passes the age age goes on you will forget certain things then any disease that intoxication, medication, ഇത് അതിനകത്തില്ല ഈ ബുക്കിനകത്ത് ഇല്ലാത്തതാണ് ഞാൻ പറയുന്നത് Okay, so forgetting, forgetting എന്നോട് തുടങ്ങാം forgetting is the inability of a person to recollect what it already learned at the time of need. ആവശ്യം വരുമ്പോൾ നമ്മൾ മറന്നുപോവുക അത് അങ്ങനെ ഒരാൾക്ക് ഒരു ശാപം കിട്ടിയിട്ടുണ്ട് അറിയാം ആർക്കാ ഒരു ശാപം കിട്ടിയത് കർണനാണ് കന്ന കന്നൻ പോയി ഇത് പിടിച്ചിട്ട് വന്നു അപ്പൊ പറഞ്ഞു നീ ബ്രാഹ്മണനല്ല അതുകൊണ്ട് നീ പഠിച്ച കാര്യങ്ങൾ സമയത്ത് ഉപയോഗിക്കാൻ പോട്ടെ സോ ഇന്നബിലിറ്റി uh, uh, ഇത് എന്തുകൊണ്ട് സംഭവിക്കും സാധാരണ why it is happening usually the age പ്രായമാകുമ്പോൾ മറന്നു പോകും സെക്കൻഡ് തിങ് എനി ഡിസീസ് ചില അസുഖങ്ങൾ വന്ന് നമ്മൾ മറന്നു പോകും something damage to the brain the chances of forgetting some drugs intoxication alcohol ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ മറന്നു പോകും ബ്രെയിൻ ഡാമേജ് മറന്നു ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് so you must write if forgetting you must write about common causes of forgetting എഴുതണം അസൈൻമെൻ്റ് ഒക്കെ എഴുതുമ്പോൾ കോമൺ കോസ് ഓഫ് ഫർഗെറ്റിംഗ് എഴുതാം നിങ്ങളുടെ ബുക്കിനകത്ത് കാണിച്ച് കൊടുത്തിട്ടില്ല the next one theories of forgetting that's very very interesting ഇത് പഠിക്കണം The first theory is called decay theory, trace decay theory. When time passes, you will forget things. നമ്മൾ പറയല്ലേ ഓ പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയില്ലേ നമ്മൾ പറയാറില്ലേ സ്കൂളിൽ പഠിച്ചു നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച നീ മറന്നുപോയില്ലേ കാലം പോയില്ലേ മറന്നുപോയി നമ്മൾ പറയാറില്ലേ ഉണ്ടോ ഇല്ലയോ Yes, yes. Wonderful. Yes, sir. That is, that, that is called trace decay theory. Natural forgetting. When time passes, we'll forget. The second one is called interference theory. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളതാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കണ്ട് ഓ വർഷം കൊലയായില്ലേ കാര്യങ്ങൾ മറന്നുപോയി സെക്കൻഡ് തിങ് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നു പോകും when you learn new things നമ്മൾ പറയും ഓ പുതിയ ആൾക്കാരെയൊക്കെ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയപ്പോൾ നമ്മളെയൊക്കെ അങ്ങ് മറന്നുപോയല്ലോ ആൾക്കാർ പറയാറില്ലേ ഉണ്ടോ ഇല്ലയോ തീർച്ചയായിട്ടും പറയാറുണ്ട് ഉണ്ട് വേറൊന്നുകൂടെ പറയാറുണ്ട് അത് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഇടിക്കും നമ്മളൊരു ലവ് ഒക്കെ കഴിഞ്ഞിട്ട് ലവ് ഒക്കെ കഴിഞ്ഞിട്ട് അത് കെട്ടാതെ വന്ന വേറെ പെണ്ണിനെയോ അല്ലെങ്കിൽ വേറെ ചെറുക്കിനെ കെട്ടി കഴിയുമ്പം അമ്മ പറയും എടാ നീ ആ പഴയ പെണ്ണിനെയൊക്കെ വിട് നീ ഇപ്പൊ നല്ലൊരു പെണ്ണിനെ കിട്ടുക അതിനെക്കുറിച്ച് ഓർക്ക് പെണ്ണുങ്ങളോട് പറയും നീ ആ പ്രേമൊക്കെ വീട് ഒരു പുതിയ നല്ലൊരു പയ്യനെ കിട്ടില്ല അവനെ കുറിച്ച് ഓർക്ക് എന്ന് പറയും because when old things are there you are not able to recollect the new things ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു കഥയുണ്ട് കൃഷ്ണൻ രാധയും തമ്മിലുള്ള ഒരു ഒരു ഒരു കഥയുണ്ട് കാരണം സത്യഭാമയും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് രുക്മിണി സത്യഭാമയായിട്ട് കുറേ നേരം കൃഷ്ണൻ ഒരു ഒരു മറവി പോലെ പറ്റുന്നുണ്ട് അപ്പം ഇവർ ചോദിക്കുക എന്താന്ന് ചോദിക്കുമ്പോൾ പറയും രാധയുമായിട്ട് അന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഓർക്കുമായിരുന്നു അവളെ എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല book written by Prabha Varma Shyama എന്താ ശ്യാമമാധവം വായിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല നല്ല ബുക്കാണ് ശ്യാമ കേട്ടിട്ടുണ്ടോ ബുക്ക് കേൾക്കേണ്ട ബുക്കാണ് കാരണം എന്നാന്ന് വെച്ചാൽ ഇത് ഓടക്കുഴൽ അവാർഡൊക്കെ കിട്ടിയിട്ട് ഭയങ്കര പ്രശ്നമുണ്ടായി അത് ഓടക്കുഴൽ അവാർഡ് നിരസിക്കുകയൊക്കെ ചെയ്തിരുന്നു പ്രഭാവർമ്മയുടെ ഇപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയത് അധികം ഇതൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഓടക്കുഴൽ അവാർഡിനെ പരിഗണിച്ചത് പ്രഭാവർമ്മയുടെ അത് കൃഷ്ണൻ്റെ തന്നെ ചിന്തകളാണ് കൃഷ്ണൻ കഥകളാണ് കൃഷ്ണൻ മരിക്കാനാവുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഞങ്ങൾക്ക് അറിയാൻ പറ്റും പ്രായമാകുന്തോറും പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ മരിക്കുന്ന മരിക്കാറാകുന്ന സമയത്ത് അതായത് സ്വർഗവാസം ചെയ്യുന്ന സമയത്ത് കൃഷ്ണൻ ഇങ്ങനെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പം ഇരാതയുമായിട്ടുള്ള ഇതുണ്ട് അതിൻ്റെ ഒരു ഒരു ആ പറയുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സുഗതകുമാരി എഴുതിയിട്ടുണ്ട് കൃഷ്ണ നീ എന്നെ അറിയില്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കവിതയുണ്ട് അതിന് അയ്യപ്പ പണിക്കാരുടെ മറുപടിയുണ്ട് നല്ലതാണ് രണ്ടും നല്ല ഇതാണ് വായിക്കാൻ കവിത വായിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഞാൻ പറയുന്നു ഈ കവിത വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വാസവദത്തെക്കുറിച്ച് കുമാരനാശൻ പറഞ്ഞിരിക്കുന്നത് ഇത്ര നന്നായി ഒരു സൗന്ദര്യം വർണ്ണിക്കാൻ പറയാൻ സാധിക്കില്ല ഇത്ര നല്ല സൗന്ദര്യം ഇട്ടിരിക്കുന്ന തുണി എങ്ങനെയാണ് ആ ഇഴ ഇങ്ങനെ സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ട് ഉടുത്ത മുണ്ടിൻ്റെ എഴ സൈഡിലേക്ക് വെച്ചിട്ട് വലങ്കാൽ ഇടം ഇടം തുട ഇടങ്കാൽ വലങ്കാൽ തുടയിൽ കയറ്റി വെച്ചും ഇത്ര ഇത്ര നന്നായിട്ട് നമ്മൾ വർണ്ണിക്കാൻ ഇത്ര നന്നായിട്ട് നമ്മൾ വർണ്ണിക്കുന്ന കഥകൾ കേൾക്കില്ല ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ so when we are thinking about the forgetting forgetting മറിയെക്കുറിച്ച് പറയുമ്പം when we are having think about the new one we are we are not ഞാൻ ഇന്നലെ ഇന്ന് ഇന്നലെ ക്ലാസ്സിലെടുത്ത പറഞ്ഞ ഓർമ്മയുണ്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈക്കോളജി പഠിക്കാൻ വെക്കും നമ്മൾ ഇരിക്കുകയല്ല വേറെ ആരെങ്കിലും എടുത്ത് അവിടെ ഇരുന്ന ആളല്ല വേറെ ആളാണ് മറുപടി പറഞ്ഞത് so <laughs> when we are thinking about the old things, we will forget about the new things. When you are thinking about the new things, you will forget about the old one. There are two types of inhibitions. ഈ forgetting സെക്കൻഡ് പറയും ഇന്റർഫിയൻസ് ചെയ്ത് പറയുമ്പോൾ there are two types of inhibition proactive inhibition and retroactive inhibition നിങ്ങളുടെ ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല proactive and retroactive inhibition one one വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് sir inter okay proactive and retroactive inhibition okay അത് നിങ്ങൾ എഴുതണം എപ്പോഴും ഇത് ഇത് എഴുതുന്ന സമയത്ത് ഇൻ്റർഫിയറൻസ് തിയറി എഴുതുമ്പോൾ യു മസ്റ്റ് റൈറ്റ് എവൺ pro act and retro act inhibition separate ആയിട്ട് തന്നെ എഴുതണം the next one is call repression theory repression theory the third one is called repression theory repression theory എന്ന് പറഞ്ഞ് വേറെണ്ണം കൂടിയുണ്ട് ഇത് ഡിഫൻസ് മെക്കാനിസത്തിനകത്ത് വരും the the painful experience you are forcefully trying to forgetting the painful experience in your life. trying to forget the painful വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഓർക്കാതിരിക്കുക അങ്ങനെയില്ല നമുക്ക് ഒത്തിരി വേദനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം മറക്കുന്ന കാര്യങ്ങളില്ലേ നമ്മൾ തന്നെ പറയാറുണ്ട് എനിക്കത് ഓർക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അത് എന്നോട് എത്രയോ കാര്യങ്ങൾ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു വീണ്ടും അത് തന്നെ പറഞ്ഞു സൈക്കോളജി പഠിക്കുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ where Vedanyondakana Kairingala, we are trying to forget, forcefully trying to forget the painful experience in your life. That is called the repression. There are three theories in forgetting. Number one is the trace decay theory. Second one is called interference theory. Third one is called repression theory. Yes, sir. Okay. So memory and forgetting. Sir theory cue theory അതെ അത് കുറച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ കഥ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള തിയറീസ് ഞാൻ പറഞ്ഞു പോകുന്നത് സ്ട്രാറ്റജിക് എൻഹാൻസ് മെമ്മറി ഇതല്ലേ ഇത് അതല്ല ഇത് ഇതിനകത്ത് പഠിക്കേണ്ട മൂന്ന് തിയറികൾ ഇതാണ് forgetting forgetting sir theories of മെമ്മറിയിൽ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് മാത്രമേ പറഞ്ഞുള്ളൂ ഒരു മാത്രമേ ഉള്ളോ തിയറീസ് ഓഫ് മെമ്മറി അല്ല ഞാൻ പറഞ്ഞത് മറ്റേ കോഡിംഗ് ആൻഡ് മെമ്മറി കൂടെ ഞാൻ ഒരെണ്ണം കൂടെ പറഞ്ഞല്ലോ ഞാൻ ഞാൻ രണ്ടെണ്ണം പറഞ്ഞ ഞാൻ സെക്കൻഡ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റോറേജ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കോമൺ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടെണ്ണം ഉള്ളൂ അല്ലേ രണ്ടെണ്ണം ഉള്ളൂ തിയറികൾ ഇഷ്ടം പോലെ ഉണ്ട് മെമ്മറി ഇപ്പൊ ഈ ടെസ്റ്റ് എടുക്കണ കുറെ തിയറീസ് മെമ്മറി നമ്മൾ പഠിക്കാനുള്ള രണ്ടെണ്ണേ ഉള്ളൂ Sir, are important ones are coding, decoding, and ഒന്ന് ഒന്ന് കോമൺ സ്റ്റോറേജ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റോറേജ് തിയറി സ്റ്റോർ ചെയ്യുക one repeat and registered properly അത് മാത്രമേ ഉള്ളൂ അത് രണ്ടിടം ഞാൻ ഇത് ഞാൻ പറയും ഇന്നലെ ഒരു പണി ശ്രീവാണിയുടെ ബുക്കിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ജനറൽ സൈക്കോളജിയുടെ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് എസ് കെ മംഗലിൻ്റെ ബുക്കിനകത്ത് കൊടുത്തിട്ട് ഇൻട്രഷൻ ടു സൈക്കോളജി ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് So memory and forgetting. The next is a very, very important and interesting chapter, motivation. Motivation is something energizes you, compels you, prompts you, act in a particular way at a particular time to attain a specific goal. Motivation is something energizes you, compels you, prompts you, act in a particular way at a particular time to attain a specific goal. ഈ മോട്ടിവേഷൻ പഠിപ്പിക്കാൻ നമ്മൾ രണ്ട് മൂന്ന് രീതിയിലാണ് പഠിക്കേണ്ടത് number one motivation then the need then the motivation theories motivation need motives and motivation theories ആ മൂന്നെണ്ണം നമ്മൾ മനസ്സിൽ വെക്കുക ഇത് മൂന്നോട്ട് എഴുതിയാലേ നമുക്ക് മോട്ടിവേഷൻ്റെ കാര്യങ്ങൾ എഴുതാൻ പറ്റുള്ളൂ may be question explain different motivation theories or question may be explain different motives or question may be explain different needs is it clear Shabi Shaniba പറയാം first one first one is call what you mean by motivation clear ആയോ second need third one is called motives motive third motive one is motive motive m o t i v e motive then theories of motivation is it clear may i start Yes, sir. ഇതൊന്ന് എഴുതിക്കോളൂ ഇതൊന്ന് എഴുതി മോട്ടിവേഷൻ സംതിങ് energizes you, compels you, alka mala audio off yana. Motivation is something energizes you, compels you, prompt you to act in a particular way. കമ്പൽസീവ് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത് prompt you, compels you, or is something compels you, prompt you, energize you to act in a particular way. At a particular time. To attain a specific goal. ഒന്നുകൂടെ പറയാം motivation is something energise you prompt you compels you act in a particular way in a particular situation to attain a specific goal ഒന്നുകൂടെ ആ പറയുകയാണ് അത് നോക്കിക്കോളൂ അറ്റൻഷൻ സംതിങ് എനർജൈസ് യു നമ്മളെ ഉത്തേജിപ്പിക്കുക കമ്പൽസ് യു നിർബന്ധിതരാക്കുക പ്രോംപ്റ്റ് ചെയ്യൂ പ്രേരിപ്പിക്കുക ക്ലിയർ ആയോ to attain a specific goal to at a particular time ഒരു പ്രത്യേക സമയത്ത് at a particular way at a particular time to attain a specific goal അത് നമ്മൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം അച്ഛനും അമ്മയും പറയും നീ പരീക്ഷയ്ക്ക് പാസ്സായാൽ നിനക്ക് മുട്ടായി വാങ്ങിച്ചു തരാം അല്ല നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം അല്ലെ നിന്നെ ഡിന്നറിന് കൊണ്ടുപോകാം അല്ലെ ഒരു സിനിമയ്ക്ക് വിടാം ശരിയാണോ അല്ലയോ എന്തിനാ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിച്ചാൽ ഒരു പർട്ടിക്കുലർ സമയത്ത് അന്ന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് നിങ്ങൾ അത് കഴിഞ്ഞ് കോളേജിലേക്ക് വന്നു പറ്റിനും അമ്മയും പറയും മുട്ടായി വാങ്ങിച്ചതാന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കുമോ മോട്ടിവേഷനാണ് ഇത് അപ്പം നിങ്ങളോട് പറയുന്നത് എന്താ മാറ്റി നിനക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരാം നിനക്കുള്ള സ്കൂട്ടർ വാങ്ങിച്ചു തരാം നിങ്ങൾ അത് പഠിക്കും ഇല്ലേ so motivation something energise you compels you prompt you act in a particular way at a particular time to attain a specific goal ഇത് ഇത് ഇത് തന്നെ എറോസൽ തിയറി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പഠിക്കണ്ട എറോസൽ തിയറി അത് ഇപ്പം ഞാൻ നിങ്ങളെ അച്ഛനും അമ്മയും പറഞ്ഞു നിനക്കൊരു ബെൻസ് കാറ് മാറ്റി തരാം നീ സൈക്കോളജി പഠിക്കാൻ പറഞ്ഞ ആരെങ്കിലും പഠിക്കൂ അതേസമയം സ്കൂട്ടർ വാങ്ങിച്ചു തരാമെന്ന് പറയും കാരണം നിങ്ങളോട് പറയുക നിങ്ങൾക്ക് ബെൻസ് കാർ വാങ്ങിച്ചു തരാം അല്ലെങ്കിൽ കാർ വാങ്ങിച്ചു തരാം നിങ്ങൾ സമ്മതിക്കില്ല കാരണം നിങ്ങൾക്കറിയാം നടക്കാൻ പോകാത്ത കാര്യം പറയുന്നതെന്ന് അറിയാം നടക്കുന്ന കാര്യങ്ങളെ പറഞ്ഞാലേ ഉണ്ടാവുള്ളൂ ആ പർട്ടിക്കുലർ ടൈമിലേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടാ നേരത്തെ മുട്ടായി വാങ്ങിച്ച് പിള്ളേരെ മുട്ടായി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പൊ മുട്ടായി പറ്റുകയില്ല കാരണം ആ സമയത്തിന് അവ അനുസരിച്ചുള്ള കാര്യങ്ങളെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുള്ളൂ motivation something energise you compels you prompt you act in a particular way at a particular time to attain a specific goal ഉടനെ നമ്മളൊന്ന് ഒരു ജമ്പ് ചെയ്യുകയാണ് next one is call need need General wants or desire is called need. General wants or desire is called needs. Common ആയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളുമാണ് നമ്മളെ നീഡായിട്ട് പറയുന്നത് what is the most important or primary need of an human being എന്താണെന്ന് പറയാമോ പ്രൈമറി നീഡ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം എന്താണ് food and water food Oxygen. the basis basis oxygen ശ്വാസമില്ലാതെ നമ്മൾ വെള്ളവും ആഹാരം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഓക്സിജൻ വാട്ടർ ആൻഡ് ഫുഡ് ശരിയാണോ there are ഇത് എഴുതി കിട്ടോ there are two types of needs there are two types of needs primary and secondary needs primary needs means biological need or physiological need primary needs means biological or physiological ശാരീരികമായ ആവശ്യങ്ങൾ ക്ലിയർ ആയോ The primary needs, first we are learning about the primary needs. The primary needs number one, number one, oxygen, water and food. ശരിയല്ലേ ഓക്സിജൻ വേണം വെള്ളം വേണം ആഹാരം വേണം പ്രൈമറി നീഡ്സ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം അതാണ് the secondary the primary needs two number two primary needs that is കോൺ നമ്പർ ടു അതിനകത്ത് രണ്ടാമത്തെ കാര്യം ഇത് ഇത് പ്രത്യേകം പറയും നോക്കണം ഇത് മനസ്സിലാക്കി പഠിക്കണം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാകില്ല ആദ്യ പ്രൈമറി നീഡ്സിനകത്ത് ഒന്നാമത്തത് oxygen water and food is it clear Yes. Yes, sir. Second One. Second one. Second yes, one. Second one. Randamate. Prime Minister, second one. You need rest. Rana Vendia. Yes, Yes, sir. Then you want to sleep. Yes, sir. You win. You need sleep. And overcome and Yes, sir. Yes. Aditha Zinka Vandatana. Aditha Zinka Vandatana. You need to work. After west and you want work അത് പറയരുത് അത് ആവശ്യമല്ല എന്താ after work first you work then you rest and then sleep അങ്ങനെയല്ല first universe then sleep then do work നമ്മൾ റെസ്റ്റും ഉറക്കവും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജോലി ചെയ്യണം അങ്ങനെയാണ് അതിന്റെ കണക്ക് പോകുന്നത് ദെൻ ഇത് കഴിഞ്ഞ ഒരു അത്യാവശ്യ കാര്യമുണ്ട് എന്താണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമല്ല പറയൂല അല്ല നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇതൊരു ആവശ്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്താ elimination of waste from your body അല്ലേ ആവല്ലയോ നിങ്ങൾ ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോൾ ആദ്യം സാധാരണ ഇത് നോക്കുന്ന നല്ല ഹോട്ടൽ എവിടെയുണ്ടോ നോ തിന്നാൻ വേണ്ടിയല്ല നല്ല ഹോട്ടലുണ്ടോ എന്ന് ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ നല്ല ഹോട്ടലുണ്ടോ എന്ന് ആലോചിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നല്ല ടോയ്ലറ്റ് ഉണ്ടോ അതാണ് അതാണ് അതാണ് ചിന്ത നമ്മൾ ആദ്യം ആഹാരം ചെയ്യുമ്പോൾ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പോകുന്ന ടോയ്ലറ്റിലേക്കാണ് പക്ഷെ നമ്മളിത് ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടുണ്ടോ then keeping body temperature keeping body temperature അപ്പം സെക്കൻഡ് ഗ്രൂപ്പിൽ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പിൽ രണ്ടാമത്തെ ഇതിനകത്ത് പറഞ്ഞതാണ് അങ്ങനെ തന്നെ ദേവിയെ നിങ്ങൾ പഠിക്കണം First you need rest then sleep after sleep and rest you want to work then elimination of waste from your body, then keeping body temperature. Keeping body temperature. But second group തീർന്നു Third, sex need. United sex need. That means reproduction. When we are saying about the sex means, it is called the reproduction. അടുത്ത ജനറേഷൻ നമുക്ക് ആവശ്യമാണ് yes The next one is called, next one is called sensory need sensory needs നമ്മൾ നല്ല വേഷങ്ങൾ ധരിക്കുന്നു നല്ല കാഴ്ചകൾ കാണുന്നു നല്ല പാട്ട് കേൾക്കുന്നു നല്ല സംഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നു നല്ല ഫുഡ് കഴിക്കുന്നു നല്ല ഫുഡ് കഴിക്കുന്നു ഇവിടെ ഫുഡല്ല നല്ല ഫുഡ് കഴിക്കും ടേസ്റ്റ് നമ്മൾ നോക്കിയല്ലേ നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുന്നു it's call sensory need that's why you sense organ the next one is call protection from എൻവയോൺമെൻ്റൽ ഹാഡിൽസ് ചുറ്റുപാടുകളിൽ നിന്നുള്ള സംരക്ഷണം ചുറ്റുപാടുകളിൽ നമുക്കുണ്ടാകുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ബ്രഹ്മപുരം ആൾക്കാർ പ്രശ്നം ഉണ്ടായി എൻവയോൺമെൻ്റ് ഹാഡിൽസ് ദ ഫ്ലഡ് എൻവയോൺമെൻ്റ് ഹാഡിൽസ് നമുക്കതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ വേണ്ടേ ദീസ് ആർ ദ ബേസിക് പ്രൈമറി നീഡ്സ് ഓഫ് എൻ ഹ്യൂമൻ ബീങ് ബേസിക് പ്രൈമറി നീഡ്സ് പ്രൊട്ടക്ഷൻ ഫ്രം സെൻസറി ഹാർഡിൽസ് എൻവോൺമെന്റൽ ഹാർഡിൽസ് പ്രൊട്ടക്ഷൻ ഫ്രം എൻവോൺമെന്റൽ ഹാർഡിൽസ് ചുറ്റുപാടുകളിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ക്ലിയർ ആയോ ക്ലിയർ ദീസ് ആർ ദ പ്രൈമറി ദീസ് ആർ ദ പ്രൈമറി നീഡ്സ് അണ്ടർസ്റ്റാൻഡ് ദീസ് ആർ പ്രൈമറി നീഡ്സ് അങ്ങനെ തന്നെ പ്രൈമറി നീഡ്സ് ഓർ ബയോളജിക്കൽ നീഡ് ഓർ ഫിസിയോളജിക്കൽ നീഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അങ്ങനെ തന്നെ പഠിക്കണം എന്നാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ നമ്മൾ പറയുന്നതാണ് then psycho social next one is called psycho social need that is called secondary needs that is called secondary needs അപ്പോൾ ഇത് മനസ്സിലാക്കണം ആദ്യത്തെ it is called primary needs that is called physiological or biological needs clear is it clear psycho social needs നമുക്ക് എന്തൊക്കെ ഇനിയും കോമൺ ആയിട്ട് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ് ചുമ്മാ എന്ന് പറഞ്ഞു നമുക്ക് എന്നിട്ട് അതിനെ സ്ട്രക്ചർ ചെയ്യാം എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് ഷെൽട്ടർ ഓക്കെ ഫൈൻ ഷെൽട്ടർ പിന്നെ The? Transport. Transport. Okay, transport. Love and belongings. Love and belongings. Okay, fine. Socialization. Security. Socialization. Mm, okay. Socialization. Security. Eh? Security. Security. Security. Wealth. Okay. Mental health. Mental. First one. First one is the, we need freedom. Vende. Sandrin ah, <laughs> We need freedom. ആണോ വേണ്ടേ എന്തായാലും പറയാത്തത് ഫ്രീഡം സ്വാതന്ത്ര്യം വേണം വേണ്ടേ വേണം വേണം സ്വാതന്ത്ര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമുക്ക് നല്ല വീട് വേണം നല്ല ഇത് വേണം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പറ്റുന്ന അറിയോ ഇതില്ലാതെ അതായത് ബേസിക് നീഡ് ഇല്ലാതെ ഒരു ചാട്ടമാണ് then safety security then love and belongingness നമ്മുടെ നല്ല വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി നമ്മൾ safety security not the house നമുക്കൊരു ജോലി വേണം വിദ്യാഭ്യാസം വേണം നമുക്ക് നമ്മുടെ കാലിൽ നിൽക്കാൻ വേണം അത് കഴിഞ്ഞിട്ടില്ല കുറിച്ചൊക്കെ ആലോചിക്കുള്ളൂ ലവ് ആൻഡ് ബിലോങ്ങിനെസ് അതാണ് ദെൻ ലവ് ആൻഡ് സ്നേഹം വേണം ദെൻ അഫിലിയേഷൻ നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് ഫാമിലിയൊക്കെ ഇട്ട് ചേർന്നു ഉടനെ നമ്മളൊരു അസോസിയേഷൻ ജോയിൻ ചെയ്തു ജോലി കിട്ടി നമ്മൾ ഏതെങ്കിലും ഓർഗനൈസേഷനുമായിട്ട് ജോയിൻ ചെയ്തു നിങ്ങൾ പറയണം ഇപ്പൊ നിങ്ങൾ പറയുന്നില്ല we belong to IGNOU IGNOU student it's a group നിങ്ങളൊരു ബിലോങ് ഉണ്ട് നിങ്ങൾക്ക് പറയാനൊരു പേരുണ്ട് നിങ്ങൾ എവിടെയാ ഞാൻ താമസിക്കുന്ന ഇന്നിടത്താണ് ഇന്ന് റെസിഡൻസ് അസോസിയേഷൻ നമ്മുടെ I belong to this party എന്ത് ദിസ് ഐ ബിലോങ് ടു ആണ് ഞാൻ I belong to this party നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് കരുതുക affiliation you need to achieve something achievement motivation you need to achieve something in your life when they run along so you need freedom safety security love care belongingness affiliation achievement and self-esteem self-esteem self-esteem then there there are different theories of motivation First one is called the need theory. Need theory. നമുക്കൊരു ആവശ്യമുണ്ട് so you need water so you are trying to take water that is called the need theory ഒരാവശ്യമുണ്ട് ആ ആവശ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തീർന്നു മോട്ടിവേഷൻ തീർന്നു വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അതിൻ്റെ തീർന്നു The second one is the n- need reduction theory. Need reduction theory. ഇത് എല്ലാ ഇതിനകത്ത് കാണില്ല പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ എല്ലാം എഴുതണം അസൈൻമെൻ്റ് ഒക്കെ എഴുതുമ്പോൾ need reduction theory the once need is over once you have a need you are trying to overcome the need then next need will rise sir ഒന്നുകൂടെ പറയോ if there is a need, we will try to reduce the need. Once that is reduced, then next need will start. The next one is called the arousal theory. That is arousal. So up to certain level, ഞാൻ ആദ്യം പറഞ്ഞതാ up to certain level, we will be motivated. So motivation, that's when you give the motivation, it is below or above, it won't work. ഞാൻ ആദ്യം പറഞ്ഞല്ലേ മുട്ടായി കൊടുക്കേണ്ടത് മുട്ടായി കൊടുക്കണം കാർ കൊടുക്കേണ്ടത് കാർ കൊടുക്കണം അതിൽ കൂടുതൽ പറഞ്ഞാലും മോട്ടിവേഷൻ കഴിയില്ല കുറച്ച് പറഞ്ഞാലും മോട്ടിവേഷൻ ഇപ്പം നിങ്ങളോട് പറയാം മുട്ടായി വാങ്ങിച്ചാലും you won't do anything suppose I am saying I will give you a Benz card Nothing will happen but something in between you say that it will motivate you then the most important theory is by Abraham Maslow. Maslow theory. This very, very Abraham Maslow theory or need theory or hierarchical theory of motivation. Sir ആ തിയറി ഒന്നുകൂടി പറയോ Need Abraham? theory, need theory or hierarchical theory or motivation theory of Abraham Maslow. Sir page number എത്രയാണെന്ന് പറയോ page number one two eight നൂറ്റി ഇരുപത്തെട്ട് പടം കാണിച്ചു തരാം can you see yes sir okay ഇത് ഇതൊന്ന് നിങ്ങളൊന്ന് ഒന്ന് വരയ്ക്കാമെങ്കിൽ അതിലേക്ക് വരച്ചിട്ടു അതൊരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിലേക്ക് വരയ്ക്കുക അത് പിരമിഡ് ആണ് ട്രയാങ്കിൾ പോലെ വരയ്ക്കൂ ക്യാൻ യു റൈറ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക ട്രയാങ്കിൾ വരയ്ക്കുക അതിന് അഞ്ച് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുക അഞ്ച് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്തോ ട്രയാങ്കിൾ വരയ്ക്കുന്ന ബാക്കി ഞാൻ പറഞ്ഞുതരാം ബാക്കി ഞാൻ പറഞ്ഞുതരാം ഒരു ട്രയാങ്കിൾ വരയ്ക്കുക അഞ്ച് ഭാഗമായിട്ട് actually it is not triangle it's a pyramid ഏറ്റവും താഴെ ഫിസിയോളജിക്കൽ നീഡ് ഏറ്റവും താഴെ physiological need next one is safety and security next കോളത്ത് is safety and security Third one, love belongingness. Love and belongingness. Self esteem. Next one is called self esteem. Next one, the last one is called self actualization. <coughs> എഴുതിയോ യെസ് സർ എഴുതിയോ Abraham Maslow says that everybody's motivation to attain the self-actualization, self-actualization. നമ്മളിവിടെ എല്ലാവരും നമ്മൾ ശ്രമിക്കുന്നത് സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ് there are five levels. First, the basic level is a physiological need. Second is safety and security, love, belongingness, self-esteem, and self-actualization. The, everybody is trying to attain the self-actualization. Once the basic needs are satisfied, then only you will think about the higher needs. Physiological need കഴിഞ്ഞാലേ നമ്മൾ സേഫ്റ്റി സെക്യൂരിറ്റിയെ കുറിച്ച് ചിന്തിക്കുള്ളൂ then only we'll think about love, care, and belongingness. Then self-esteem, self-esteem. If basic need is satisfied. Everybody will try to attain the basic needs. If you are not attain the basic needs, you will try to attain the basic need. Once the basic needs are satisfied, then you will think about the higher needs. And everybody's goal to achieve self-actualization. is called Abraham Maslow theory. Abraham Maslow theory. ഇതിനകത്ത് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല ഏതായാലും ഒരു തിയറി കൂടെ പഠിച്ചോളൂ next theory by Sigmund Freud that is called instinct theory instinct theory or pleasure theory, pleasure theory. Freud says that everyone, everybody, everybody having the instinct to satisfy the pleasure, that's called the sex. Everybody is motivated to attain the pleasure or sex. That is a motivating everyone. ഈ ഫ്രോയിഡിൻ്റെ തിയറിക്ക് ഒരു കുഴപ്പം അതാണ് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്ന എല്ലാ ബന്ധങ്ങളും ഒന്നെങ്കിൽ സെക്സ് ആയിരിക്കും അല്ലെങ്കിൽ പണമായിരിക്കും കണ്ടമാനം ഫ്രോയിഡിൻ്റെ തിയറിയെക്കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് I admire Freud because the, the person who gave publicity to psychology is Sigmund Freud. ഏത് ആളോട് ചോദിച്ചാലും ദിൽ സേ അബൌട്ട് മനസ്സിനെ കുറിച്ച് പറയാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല എക്സ്പ്ലെയിൻ ടു യു നിന്റെ മനസ്സിൻ്റെ അഗാധ തലങ്ങളിൽ എവിടെയെങ്കിലും ഞാൻ ഉണ്ടെങ്കിൽ പറയുന്നു നമ്മളെല്ലാം പറയുന്നതാണ് this call Freud say that everybody is trying to satisfy the instinct or the pleasure. It's called Sigmund Freud theory. ഇത്രയാണ് നമുക്ക് മോട്ടിവേഷൻ ഇനി എമോഷനാണ് എമോഷൻ നമുക്ക് മൂന്ന് വളരെ emotion within ten minutes fifteen minutes we can finish so this the theory of motivation so memory motivation നമ്മൾ എപ്പോഴും അഡ്വാൻസ് ആണ് നമ്മൾ നാളത്തെയും കൂടെ കൊണ്ട് തീർക്കാണ്ട് നാളത്തേത് കഴിഞ്ഞ് കഴിഞ്ഞാൽ then will have a revision ഇനി any question you can ask ഇനി ഇപ്പം നമ്മുടെ നമ്മുടെ പേഴ്സണൽ ടൈം പഠിക്കണം പഠിക്കണം ഞാനിത് ഇതൊരു അതൊന്നും പഠിക്കാൻ ഇ ആർ ജി തിയറി അൽഫേർട്ട് ഇ ആർ ജി തിയറി അതൊന്നും വലിയ പ്രശ്നങ്ങളുള്ളതല്ല നിങ്ങൾ ഈ ഇത് ബേസ് അറിയാമെങ്കിൽ ബാക്കി മുഴുവൻ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാനുള്ളതേ ഉള്ളൂ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാണ് ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ബാക്കി രണ്ട് theory E R G theory മാഗ്നാസ് അക്വേഡ് തിയറി നീറ്റ് തിയറി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അതിൻ്റെ ബേസ് ഞാൻ മുഴുവൻ പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ട് തീയറി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ നീഡും നീഡ് ഡിഡക്ഷൻ തിയറി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതെല്ലാം ഞാൻ ഞാൻ ബേസിക്ക് വേണ്ടതിൽ കൂടുതൽ അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഓവറോൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ 100% I am sure that I am explaining in detail each and every chapter. അവർ പറയുന്നത് കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുദ്ദേശിക്കുന്നത് കൂടുതൽ പറഞ്ഞു ജസ്റ്റ് ഒന്ന് വായിച്ചതിൻ്റെ ഇതാണ് ഹെഡിങ് എന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി മാത്രമേ അവരുദ്ദേശിക്കുന്നത് ഈ പത്ത് മണിക്കൂർ കൊണ്ട് പക്ഷേ പത്ത് മണിക്കൂർ I feel that I will able to touch the important points in detail not just മോടി പറഞ്ഞു പോവെല്ലാം ഇത് ഞാൻ എടുക്കുന്ന ക്ലാസ്സിൽ പറഞ്ഞിട്ട് അഹങ്കാരം കൊണ്ട് പറയില്ല ഈ ക്ലാസ് എടുക്കുന്ന കണ്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ I am hundred percent sure that നിങ്ങൾക്ക് അസൈൻമെൻറ്റ് നല്ലപോലെ എഴുതാൻ പറ്റും നിങ്ങൾക്ക് ബാക്കിയുള്ള ബുക്കിനെ കുറിച്ച് എഴുതാൻ പറ്റും നിങ്ങൾക്ക് ഒരു basic knowledge what I feel that if I can give a basic knowledge about psychology that is enough എനിക്ക് തോന്നുന്നു ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ട് മനസ്സിലാവും തോന്നുന്നുണ്ട് ഇനി നമുക്ക് ഇനി ജനറൽ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ apart from psychology or any another if you have some question ഇതിന് ഇത് നമ്മുടെ സ്ഥലമാണ് കാരണം യൂണിവേഴ്സിറ്റി പറഞ്ഞ് ഏഴര മണി കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് നമ്മുടെ കാര്യം ചോദിക്കാം എന്ത് വേണമെങ്കിലും ചോദിക്കാം പ്ലഷർ തിയറി ഒന്നും കൂടെ പറയാമോ Freud says everybody having the tendency to instinct to attain the pleasure that is called the sex അത്രേ ഉള്ളൂ അല്ലേ അത്രേ ഉള്ളൂ അല്ല അതിനുവേണ്ടിയാണ് നമ്മൾ motivate that is that is motivating as ആ ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടി അല്ലെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രോയിഡിന്റെ തിയറി പിന്നെ നമ്മുടെ അസൈൻമെന്റ് എഴുതുമ്പോ അസൈൻമെന്റ്സ് എഴുതുമ്പോഴേ ഈ ടെക്സ്റ്റിൽ ഇല്ലാത്ത തിയറീസും എഴുതാവോ എഴുതണം ഇവര് പറയുന്ന ഈ ടെസ്റ്റ് ടെസ്റ്റ് അല്ല actually it is only a ഒരു ഗൈഡ് നിങ്ങൾക്ക് ഒരു വഴികാട്ടി മാത്രമാണ് ഇത് ഇത് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷ നിങ്ങൾ അസൈൻമെന്റും പരീക്ഷ എഴുതാൻ ശ്രമിക്കരുത് അസൈൻമെൻ്റ് എഴുതുമ്പം എപ്പോഴും ഞാനൊക്കെ അസൈൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയിട്ടാണ് ഞാൻ മാർക്ക് ഇടുക ഇത് മാത്രം കോപ്പി അടിച്ച് വെക്കുന്ന ആൾക്കാർക്ക് ഞാൻ മാർക്ക് കൊടുക്കാറില്ല നമ്മൾ അസൈൻമെന്റിൽ റെഫറൻസ് എഴുതണോ റെഫറൻസ് ഒന്നും പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതണമെന്നുണ്ടോ എഴുതാ എഴുതാവല്ലോ അസൈൻമെന്റ് റെഫറൻസ് എഴുതുന്നതിന് ഒരു കുഴപ്പമില്ല സി ദിസ് ആർ ഇത് നിങ്ങളുടെ ഇന്റേൺഷിപ്പിന്റെയാണ് ഇന്റേൺഷിപ്പിന്റെയാണ് ഇന്റേൺഷിപ്പാണ് ഇന്റേൺഷിപ്പ് പത്ത് കേസ് നിങ്ങൾ എഴുതണം നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങളെ ഫൈനൽ കയറണം ഫസ്റ്റ് കേസ് ഇത് മര്യാദയ്ക്ക് എഴുതാൻ അറിയില്ല ഇതെന്താണെന്ന് അറിയില്ലാത്ത ആൾക്കാർ see these are the projects ഇത്രയെങ്കിലും ചെയ്യണ്ടേ പ്രോജക്റ്റ് ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ ഒരു മര്യാദയ്ക്കൊന്ന് ബൈൻഡ് ചെയ്യുക അതിനൊന്ന് എഴുതുക നമ്മളിത് കൊടുക്കുക ഇത് ചെയ്യാത്ത ആൾക്കാർ this is the is the assignment this assignment കണ്ടോ കണ്ടോ കണ്ടല്ലോ I will show you I am not joking ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ വിചാരിച്ച ഞാൻ തമാശ അവിടെ പറയുന്നതുകൊണ്ട് പറയുന്നതായിരിക്കും ഒന്നും അല്ല അവര് അവരൊരു ലിമിറ്റ് വെച്ചിരിക്കുന്നതാണ് അത് കുറയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെ അത്രയും പോലും എഴുതാത്ത ആൾക്കാരുണ്ട് നിങ്ങൾ കറക്റ്റ് എണ്ണി മുന്നൂറ് പേജ് മുന്നൂറ് വേർഡ് പറഞ്ഞാൽ മുന്നൂറ് പേര് എണ്ണി എഴുതുന്നവരുണ്ട് See, not the, not that one. We are not uh, counting the, the pages or anything. The content. ഇതിനകത്ത് കുറെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട് ആ സ്ട്രക്ചർ നോക്കിയിട്ട് കാര്യമില്ല ഇത് ഞാൻ ചോട്ടെ example there is a question here നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മളൊരു എക്സാമിന് നമ്മളൊരു ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ ഓഫ് കോഴ്സ് വി ക്യാൻ ചെയ്യാൻ പറ്റും ഒരു ക്ലിനിക്ക് വന്നിരിക്കുന്ന ആൾക്കോട് ഈ ഈ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റുമോ ഇതെങ്കിൽ ഫില്ല് ചെയ്ത് തരാൻ പറയും പറ്റുമോ so what I did the hundred and twenty questions in my mind ഞാനത് എൻ്റെ തലയിൽ വെച്ചിരിക്കുകയാണ് എൻ്റെ കമ്പ്യൂട്ടറാണ് ഞാൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിച്ചിട്ട് ഞാൻ എടുക്കും അതിച്ചിരി മെനക്കെടണം അത് ഞാൻ പറയാം നമ്മൾ കുറച്ച് മെനക്കെട്ടാലേ നടക്കുള്ളൂ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ question see I can show you that next tomorrow I will show that ഇവിടെ നമ്മൾ റോഷാക്ക് ഇരിപ്പുണ്ട് ടി എ ടി ഇരിപ്പുണ്ട് സൈക്കോളജി ടെസ്റ്റ് ഇരിപ്പുണ്ട് അതിൻ്റെ ഒരു ആകത്തുക നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ so my request you are first year students the right time to start learn the basic then it is very easy okay so ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് ബുക്കുകൾ നമ്മൾ റെഫർ ചെയ്യണം അപ്പം ഞാൻ അന്നലെ പറഞ്ഞു ഒന്ന് ഒരു ജനറൽ സൈക്കോളജിയുടെ രണ്ട് ബുക്ക് ഒരു അബ്നോർമൽ സൈക്കോളജിയുടെ ഒന്ന് രണ്ട് book bio psychology of course ഒരു പുതിയൊരു ഫീൽഡാണ് നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന രണ്ട് ബുക്ക് നമ്മൾ വാങ്ങിച്ചിട്ട് പഠിക്കുക അപ്പോഴേ ഇതിനകത്ത് ഇൻട്രസ്റ്റ് വരുവുള്ളൂ you must put your heart and soul ഇതിനകത്തൊരിട്ടെങ്കിൽ ഈ സൈക്കോളജിക്കൽ മറ്റുള്ളത് പോലെ അല്ല pass you forget about it's nothing ഒന്നുമില്ല നിങ്ങൾ അസൈൻമെൻറ്റും കൊടുത്തു പരീക്ഷ എഴുതി വൈവ നടത്തി പ്രൊജക്റ്റ് ചെയ്ത I am hundred percent you will pass the examination sir ഇന്നലെ ജനറൽ സൈക്കോളജിയുടെ മംഗലിന്റെ ബുക്ക് പറഞ്ഞിരുന്നു അതുകൂടാതെ അബ്നോർമൽ സൈക്കോളജിയുടെയും ബയോ സൈക്കോളജിയുടെയും റെഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബുക്ക് പറയാമോ പേര് നോക്കണം കുറെ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഏത് ബുക്കാണ് നോക്കണം ഇത്രയും ഒരു എനിക്ക് തോന്നുന്നത് പത്തോ മുപ്പതോ പത്തോ പതിനഞ്ച് മീറ്റർ നീളം ഉണ്ടാകുന്ന ഒരു ചെറിയ കോപ്പർ വയറാണ് നമ്മുടെ മുഴുവൻ സംഗതികളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കൊണ്ടുവന്നിട്ട് ഒരു എ ടി എമ്മിൽ ഇട്ടാൽ ഇറ്റ്സ് ഒരു കാർഡ് യുവർ ബയോഡേറ്റ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അച്ഛൻ്റെ പേര് നമ്മുടെ അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ address everything it is store ചെയ്യാം what is your balance how you are using it everything it is store a single copper wire ഉപയോഗം കഴിയുമ്പം ഇതൊന്ന് പൊട്ടിക്കുക കീറുക കീറിക്കഴിഞ്ഞ് മുഴുവൻ രണ്ടായിട്ട് ഇങ്ങനെ പൊളിച്ച് നമുക്ക് എടുക്കാം പൊളിച്ചെടുത്തിട്ട് ആ ഇതിൻ്റെ ഒരു കമ്പിയാണ് ഇതിങ്ങനെ വലിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരൊറ്റ കമ്പിയിലാണ് നിങ്ങളുടെ മുഴുവൻ ഹിസ്റ്ററി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇമാജിൻ ദ ടെക്നോളജി നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് സൈക്കോളജി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു മനുഷ്യനെ കുറിച്ചുള്ള എല്ലാം നമ്മുടെ ജന്മം മുതൽ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് മുതൽ എവറിത്തിങ് ഇറ്റ് ഇൻസൈഡ് ഇത് സോൾ ആത്മാവിനെ കുറിച്ചുള്ള പഠനമായിരുന്നു ആത്മാവ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന സംഗതിയാണ് നമ്മൾ വി ആർ തിങ്കിങ് അബൌട്ട് ഇത് മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട് ആ മരണശേഷം ഉള്ളതാണ് നമ്മളിവിടെ നിൽക്കുന്നത് അത് എന്തുണ്ട് അതുകൊണ്ടാണ് ഹിന്ദുക്കൾ അഞ്ച് അഞ്ച് തിരിയിട്ടിട്ട് വിളക്ക് കത്തിക്കുന്നത് പഞ്ചഭൂതങ്ങളാണ് അതുകൊണ്ടാണ് അവർ കർമ്മം ചെയ്യുന്നത് ഇതെല്ലാ എല്ലാ ആൾക്കാർക്കും ഉണ്ട് മുസ്ലിംസ് അവർ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ഓർമ്മ ദിവസം എന്ന് പറഞ്ഞ് നാൽപ്പത്തൊന്നാം പൊക്കം വെക്കും ക്രിസ്ത്യൻസിന് ഉണ്ട് ഹിന്ദുക്കൾക്ക് പതിനാറാം പൊക്കം കഴിയുമ്പോൾ ഉണ്ട് അത് ഒന്ന് നമ്മൾ കുഴിച്ചു മൂടുകയാണ് അല്ലെങ്കിൽ ദഹിപ്പിക്കുകയാണ് ദഹിപ്പിക്കുക ആത്മിക്ക് കൊടുത്തു ഒരാത്മാവിനെ ഒരാത്മാവ് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തുണ്ട് ഒരെണ്ണം സ്വർഗലോകത്തേക്ക് വിട്ടു ഒരെണ്ണം ജലത്തിൽ നമ്മൾ കലക്കി അതുകൊണ്ടാണ് അഞ്ചാത്മാക്കളുകൊണ്ട് ഇത് കഴിയുന്നത് അതിന് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മൾ ജീവിച്ച സമൂഹത്തിലുള്ള ആ ആത്മാവിനാണ് എല്ലാ വർഷവും നമ്മൾ ബലി കൊടുക്കുന്നത് ഇത് എല്ലാ ആൾക്കാർക്കും ഉണ്ട് മുസ്ലിംസ് സമ്പടി മുസ്ലിംസ് മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അവരെന്ത് ചെയ്യുന്നു നവദ്വാരങ്ങൾ കൃത്യമാക്കി അത് അടയ്ക്കും ആദ്യം അവർ ചെയ്യുന്നത് മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവിധ അഴുക്കുകളും ശരീരത്തിൽ നിന്ന് കളഞ്ഞ് എല്ലാ സ്ഥലങ്ങളും അവർ ശരിയാണോ ഐ തിങ്ക് ഷാനിബ എന്തിനാ ഇത് ചെയ്യുന്നത് ദ ബിലീവ് ദറ്റ് ആത്മാവുണ്ട് ഇത് നാൽപ്പത്തൊന്ന് എല്ലാ ഇത് കണ്ട് കുന്തിരിക്കും കൊണ്ടുവന്നു പഴങ്ങൾ കൊണ്ടുവന്ന് കല്ലറയിൽ പൂജ കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് അച്ഛന് സമർപ്പിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ആത്മാവിന് വേണ്ടി that's a soul the still we believe in ഏത് സൈക്കോളജി പഠിച്ചോട്ടെ ഏത് ഇത് നമ്മൾ ചെയ്തിരിക്കും ദാറ്റ്സ് എ സോൾ ആത്മാവ് അതാണ് സൈക്കോളജി അതിനെക്കുറിച്ചുള്ള പഠനമല്ല കാരണം മനുഷ്യന് അറിവില്ലാത്തതിനെ കുറിച്ചുള്ള പഠനമായിരുന്നു സൈ സൈക്കോളജി സൈക്കോളജി ഇപ്പോഴും നിൽക്കുന്നതന്നെ ഇതിന് പ്രൂഫ് ഇല്ല ദർ ഇസ് നോ പ്രൂഫ് ആ പ്രൂഫ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മാറി നമുക്ക് പണ്ട് വസൂരി എന്ന് പറഞ്ഞത് നമുക്ക് ഭയങ്കര പേടിയായിരുന്നു വസൂരി വന്നു എല്ലാവരും മരിച്ചു അതിൻ്റെ കണ്ടുപിടിച്ചു ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ വസൂരി ആരെങ്കിലും പേടിക്കുന്നുണ്ടോ the same thing about secretary ന്യൂറോൺസിനെ ഡയഗ്നോസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി തീർന്നു ഇത് നമ്മളിതൊന്നും പറയേണ്ട കാര്യമില്ല ആരും നമ്മുടെ മുമ്പിൽ ഇരിക്കുകയില്ല ഡയഗ്നോസിസ് ടെലി ദിസ് ഇസ് നമ്മൾ ഇതൊന്നും പേടിക്ക് ഇത് നിങ്ങൾ ഇത്രയും ചോദിക്കുന്നത് നമ്മൾ കോവിഡ് കണ്ടിട്ട് നമ്മൾ കോവിഡിന് എന്താ ചെയ്ത് പേടിച്ച് മുറിയുന്ന അനങ്ങാതിരുന്ന ആൾക്കാരെ നമ്മൾ ആണോ അല്ലയോ ഇപ്പോഴോ എത്ര പേര് മരിച്ചു രണ്ട് സെവൻ ലാക്സ് പീപ്പിൾ ഡയറിങ് ഇൻ ഇന്ത്യ ഇപ്പം ദറ്റ് ദർ കൺട്രോൾ ഇത് സെക്രട്ടറി അതുപോലെ തന്നെയായിരുന്നു ഈ സോൾ എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമായിരുന്നു എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എങ്ങനെ മനുഷ്യൻ ചീത്ത വിളിക്കുന്നു എങ്ങനെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു ഇത് ചെയ്യുന്നു നേരത്തെ സൈക്കാട്രിക്കുകയും പക്ഷേ പഴയ ഡെഫിനിഷൻ മാറ്റാൻ പറ്റുമോ ഇത് സ്റ്റഡി ഓഫ് സോൾ അവിടെ നിന്നാണ് psychology that is a basic study അത് അത് ആദ്യം കേൾക്കാത്തതുകൊണ്ട് അത് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ കുട്ടി ആദ്യം വന്നിട്ട് ഇച്ചിരി ലേറ്റ് ആയിരുന്നു ആയിരുന്നു psychology it is a Greek word the came from the Greek word the meaning of psychology is study of soul that is the early definition then it changed now the late, latest theory is called psychology is the scientific study of human behavior and mental processes അത് ആദ്യം കേൾക്കാതെ വന്നിട്ട് എന്നോട് ചോദിച്ചത് വന്നിട്ട് ഇടയ്ക്കൊന്ന് ചോദിക്കുമ്പോഴത്തേക്കുള്ള കുഴപ്പം നമുക്ക് പറയാൻ പാടില്ലല്ലോ actually psychology is the study of human behaviour and mental process definition പക്ഷെ അത് മാറ്റാൻ പറ്റും അവിടെ നിന്നാണ് തുടങ്ങിയത് that is a history psychology ആത്മാവിന് ഇപ്പോഴും നമ്മൾ ആത്മാവിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു ലോകം മുഴുവൻ വിശ്വസിക്കുന്നു ഇപ്പോഴും അതിനെക്കുറിച്ച് പഠനം നടക്കുന്നുണ്ട് ആത്മാവുണ്ട് റീബത്ത് റീബത്തുണ്ടോ അതുകൊണ്ടാണല്ലോ ഒരു പാട്ടുണ്ട് സമയമാം രഥത്തിന് ഞാൻ സ്വകയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു മരണത്തെക്കുറിച്ചല്ല അതിനപ്പുറത്തേക്കാണ് അപ്പോഴും എൻ രഥം മുന്നോട്ട് ഓടുന്നു എന്തിനു വേണ്ടിയിട്ടാണ് after death there is a life ഞാൻ thinking about the it is return by German അത് പിന്നെ വയലാർ അരനാഴിക നേരത്തിനകത്ത് മലയാളം പാട്ടാക്കി ഇറക്കിയപ്പോൾ അത് വയലാറിൻ്റെ actually it's not return by Vayalar song is return by a foreigner അപ്പോഴും ഈ ഒരു ജന്മം that is call parapsychology rebirth and extra sensory perceptions അത് ഒരു കാലത്തും മനുഷ്യൻ നിർത്തുകയില്ല വി സ്റ്റിൽ ബിലീവ് ദാറ്റ് അതാണ് മഹാഭാരതി പറഞ്ഞത് ആ മഹാഭാരതി പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് പലതിനും തെളിവുള്ളതുകൊണ്ട് അവിടെ പറഞ്ഞിരുന്ന ഇന്ന് വിമാനമുണ്ട് ആറ്റം ബോംബുണ്ട് ആഗ്നേയം ഉണ്ട് ഇതെല്ലാം അസ്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു അതെല്ലാം ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു നമ്മൾ ഐ വി എഫിനെ കുറിച്ച് പറഞ്ഞിരുന്നു കുന്തിക്ക് നൂറ്റൊന്ന് മക്കളുണ്ടായി അതങ്ങനെ ഐ വി എഫ് അല്ലേ ചെയ്ത് കുടത്തിനകത്ത് വെച്ചിട്ടില്ല ഇപ്പം അതല്ലേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇതില്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അതിനൊരു തെളിവ് ഇപ്പം നമ്മൾ പറഞ്ഞുതരാം നയൻതാര കല്യാണം കഴിച്ച് നാലാം മാസം അവിടെ പ്രസവം നടന്നത് പുള്ളിക്കാരിയല്ല ഗർഭം ധരിച്ച അല്ലെങ്കിൽ ഗർഭം ധരിച്ച വേറെ ആളാണ് നാലാം മാസം കിട്ടിയേ സി ഇതൊക്കെ അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവരിതിനകത്ത് പറയുന്നുണ്ട് റീബത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് അർജുനോട് ഉപദേശം കൊടുക്കും പറയുന്നുണ്ട് ഇതൊന്നും ഇതല്ല നിന്റെ ശരീരം ആത്മാവ് വേറൊന്നിലേക്ക് പ്രവേശിക്കുന്നതാണ് so that is the research going on അതായത് ഇന്ത്യൻ സൈക്കോളജി പഠിക്കുന്ന നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം ഇന്ത്യൻ സൈക്കോളജി എനിക്കൊന്ന് വൺ നോട്ട് ത്രീയിലാണെന്ന് തോന്നുന്നുണ്ട് it is not one naught three ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണിത് അതായത് പറയും നമ്മൾ ഈ ഒരു ചെറിയ ബുക്കിൻ്റെ ഇരുന്നൂറ്റമ്പത് പേജിലോ ഇരുന്നൂറ്റമ്പത് പേജിലോ സൈക്കോളജി നിർത്തരുത് book written by Osho Rajneesh beyond psychology a book beyond psychology ഇങ്ങനെ ഓരോന്ന് വായിക്കുമ്പോഴേ നമുക്ക് ആ ഒരു തോട്ട് പ്രോസസ്സിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുള്ളൂ അല്ലാതെ ഈ തിയറി പഠിച്ച് പാസ്സാകാനായിട്ട് എനി വൺ ക്യാൻ ഡു ഇച്ചിരി ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം വായിക്കാമെന്ന് മനസ്സിലാക്കിയിരിക്കണം മനസ്സിലുള്ള കാര്യം ഒന്ന് ഇങ്ങോട്ട് എഴുതി വെക്കാൻ പഠിക്കണം ഞാൻ പാരാസൈക്കോളജിയിൽ ഏറ്റവും നമ്മൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സിക്സ് സെൻസാണ് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ആരോ എന്നോട് വന്ന് ചോദിച്ചിരുന്നു പ്രഭാകര സിദ്ധയോഗി എന്ന് പറഞ്ഞൊരു ദിവ്യൻ ജീവിച്ചിരുന്നു അറുന്നൂറ്റമ്പത് നിങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാം അദ്ദേഹത്തിന് രണ്ട് അറുന്നൂറ്റമ്പത് വയസ്സുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് എന്താണേലും എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രായത്തെക്കുറിച്ച് എനിക്കറിയില്ല എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ കണ്ടിരുന്നു അച്ഛന് ഇതിലേക്ക് ഒത്തിരി വിശ്വാസമുള്ള ഒരാൾ വിശ്വാസം എന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരുണ്ട് ഇടപെടാം അതുകൊണ്ട് എനിക്ക് ഒത്തിരി പേരെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിനെ ഞാൻ കാണാൻ പോകുമ്പോൾ തിരുനക്കര അമ്പലത്തിൻ്റെ നടയിൽ ഇങ്ങനെ അദ്ദേഹം കിടക്കും ഒരു പാണ്ടക്കെട്ട മാത്രമാണ് അല്ല വേറൊന്നുമില്ല രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ആഹാരം കഴിക്കാതെ ചിലപ്പോൾ അവിടെ കിടക്കുന്ന കാണാം നമ്മൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണോ നമ്മൾ ചോദിച്ചു പോയ പണി കിട്ടും നീ ഒരു കടല വാങ്ങിച്ചല്ലോ കടല എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ മൂന്നും നാലും അഞ്ചും കിലോ കടലയാണ് തിന്നുന്നത് അവിടെ ഇരുന്നവർ കടലയങ്ങ് തിന്നും ഡെലിവറിക്ക് പത്തുനൂറ് ഇടയിലേക്ക് കഴിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ദിവസം ഞാൻ കാണുമ്പോൾ ഞങ്ങൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ എടാന്ന് വിളിച്ച് സംസാരിക്കുള്ളൂ അദ്ദേഹത്തിന് സംസാരിക്കും കാലിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വ്രണം ഒഴുകിക്കൊണ്ടിരിക്കണം അത് നമ്മൾ ചലം വരിക ഒരു മണവും ഇതെന്താന്ന് ചോദിച്ചപ്പോൾ ആരും ഉപദ്രവിച്ചിട്ട് കാലിൽ പൊട്ടി ഒഴുകുകയാണ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കണ്ടപ്പോൾ അങ്ങനെ ഒരു പാട് പോലുമില്ല ഇതൻ അടയോഗി പാട് പോലുമില്ല വലിയ പണം ചെലവലിച്ചുകൊണ്ടത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല ഇത് ഞാൻ തമാശയായിട്ട് പറയും ഇത് കണ്ട ആൾക്കാർക്ക് അദ്ദേഹത്തെ കണ്ട ആൾക്കാർക്ക് അറിയാം ആ തിരുനക്കര അമ്പലത്തിന്റെ മുമ്പിൽ ചിലപ്പോൾ അങ്ങനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകും അങ്ങനെ പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നിടത്ത് നോക്കി എനിക്ക് അദ്ദേഹത്തിന് ഒരു പെണ്ണുങ്ങളെ നോക്കി നമുക്കറിയില്ല അദ്ദേഹം ഇങ്ങനെ അവിടെ കിടക്കുന്ന കാണാം പിടിച്ചുകൊണ്ട് പോകും രണ്ടു ദിവസം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവിടും ജയിലിൽ കിടന്ന് അവിടെ കിടന്നോട്ടെ പുള്ളിക്ക് ഒന്നുമില്ല ജയിലിൽ കിടന്ന് ജയിലിൽ കിടന്നു പുറത്ത് വിട്ട പുറത്ത് വിട്ട് മഴയാണേ മഴ ഇതാണ് വെയിൽ ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണുകയില്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് എന്താ ഇവിടെയൊക്കെ നമുക്ക് നിർവചിക്കാൻ പറ്റുക ഐസു സൻ ഒരു സന്യാസി അദ്ദേഹം ഹിമാലയത്തിൽ നിന്ന് കന്യാകുമാരിക്ക് നടത്തു നടന്നു വരാൻ വന്നതാണ് അദ്ദേഹം നടന്നു വരുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ അവിചാരിതമായിട്ട് അദ്ദേഹം വന്നു അദ്ദേഹം ആഹാരമൊന്നും കഴിക്കില്ല മാക്സിമം ഒരു ഗ്ലാസ് പാല് ഒരു പഴം ഒരു ദിവസം ആഹാരം ഞാൻ ഒരു ദിവസം ആഹാരം എന്നിട്ട് അങ്ങനെ നടന്നു പോവാം അങ്ങേര് കുളിക്കാനായിട്ട് പോകുമ്പോൾ അങ്ങേര് വെള്ളം കോരി കുളിക്കല തോട്ടിലേ കുളിക്കുകയുള്ളൂ അവിടെ കുളിച്ച് അവിടെ തന്നെ മുണ്ടും നനച്ച് അവിടെ ഇട്ട് സോപ്പില്ല പല്ല് തേക്കുന്ന അവിടെ ഇപ്പോഴത്തെ അല്ല അന്നത്തെ കാലത്ത് പല്ല് തേക്കുന്ന അവിടുന്ന് ആ ഇതിൻ്റെ തൊണ്ട അവിടെ നിന്ന് ഇങ്ങനെ അതുകൊണ്ട് പല്ല് തേക്കും ഒരു പല്ലിന് ഒരു കേടില്ല ഒരു വായ്ക്കൊരു സ്മെല്ലില്ല ദേഹത്ത് ഈ സോപ്പ് നമ്മൾ എന്തൊക്കെ ചെയ്ത് സ്പ്രേയും ചെയ്തിട്ടാണ് നമ്മൾ വിശ്വസിക്കാൻ വരാത്തൊരാൾക്ക് പോകുന്നത് ഇതൊന്നുമില്ല അങ്ങനെ കൂറ്റും നാറ്റുമില്ല അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ കോട്ടയം പോലെ തിരുവല്ല വരെ നടന്നു ഞാൻ തിരിച്ചിങ്ങ് പോകുന്നു കാരണം നമ്മളെ കൊണ്ട് നടക്കാൻ പറ്റില്ല ഇത് നടക്കുക ദ സെയിം തിങ് ഞാൻ ഗായത്രി മന്ത്ര ഉപദേശം തരാനായിട്ട് പ്രഭുസ്വാമി എന്ന് പറഞ്ഞു അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല പ്രഭുസ്വാമി എന്ന് പറഞ്ഞാൽ തിരുവല്ലയിലുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലാണ് കവിയൂർ അമ്പലത്തിൽ ഞാൻ പോയത് അദ്ദേഹത്തിന് ഒരു വീട്ടിൽ ചെന്ന് അദ്ദേഹം എന്തെങ്കിലും കൊടുത്ത അദ്ദേഹം പഴം പഴം കൊടുത്ത പഴത്തോടെയും കറക്ക് ഇറങ്ങുകയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ശാന്തിയെ പോലെ നടക്കും ഏതെങ്കിലും വീട്ടിൽ ചെല്ലും അദ്ദേഹത്തിന് എന്തെങ്കിലും നമുക്ക് ഇച്ചിരി ചോറ് കിട്ടും ഒരു മൂന്നാല് ദിവസം നമ്മളിങ്ങനെ ആ പ്രായത്തിൽ ചെല്ലി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനോട് ചെന്നു ഒരു നിലത്തൊരു തോർത്ത് വിരിച്ച് കിടന്നു കഴിഞ്ഞാൽ ഞാൻ പല ദിവസവും രാത്രി ഇങ്ങനെ ഉണർന്നിരിക്കും ഇങ്ങനെ എൻ്റെ വിചാരിക്കുന്നത് വടിയായി എന്നുള്ള കാരണം ഒരനക്കം കാണണ്ടേ ഒരു ഒരു പത്ത് മണിക്കാൻ കൊണ്ട് കിടന്ന് ഇങ്ങനെ ഒരു കിടപ്പ് നാല് മണി നിൽക്കുമ്പോൾ മാത്രമാണ് ഈ ദേഹത്തിന് ഒരു അനക്കം കാണുന്നത് ഇതൊക്കെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇത് നമ്മൾ നമ്മൾ ഇതിനെക്കുറിച്ച് പിടിക്കും ഇതൊക്കെ എങ്ങനെ ഇവർക്കൊരു പവർ ഉണ്ടാകുന്നു നമുക്കൊന്ന് ഒരു ഒരു രണ്ട് മണിക്കൂർ നമുക്ക് അനങ്ങാൻ ഒരു കട്ടിൽ കിടക്കാം രണ്ട് ദിവസം നമുക്ക് വയറു നിറച്ച് ആഹാരം കഴിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഞാനിത് ഇത് നാച്ചുറൽ നാച്ചുറപ്പെ പഠിക്കാൻ പോയ സമയത്ത് അവർ പറഞ്ഞു ഒരു ഫുഡും അതായത് വേവിച്ച ഫുഡ് എന്ന് പറഞ്ഞു എന്തത് ഫ്രൂട്ട്സും തേങ്ങായും തേങ്ങയാണ് അവരുടെ മെയിൻ ഇതായിട്ട് ഞാനൊരു ആറ് മാസം കഴിഞ്ഞു അപ്പോഴേ ഞാൻ പറഞ്ഞു ഈ ഫുഡിൻ്റെ വിഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിലെ സാധനമാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഒരു മൊട്ട് സൂചി വീണാൽ നമുക്ക് തോന്നും ബോംബ് പൊട്ടിയെന്ന് നമുക്ക് തോന്നും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ചെല്ലുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ ഈ മനുഷ്യനെ ഇങ്ങനെ ജീവിക്കുന്നത് സോ നമ്മൾ നമ്മളെന്നാ നമ്മുടെ സെൻസ് ഓർഗൻ ഈ അഞ്ച് സെൻസ് ഓർഗനെ നമ്മളൊന്ന് വയ്ക്കുക then we can think about the six sense നമ്മൾ ഒരിക്കലും അത് അത് ആലോചിക്കുന്നില്ല ഇതില്ല അതുകൊണ്ടാണ് ഓരോ ആൾക്കാർ നമ്മൾ ഓരോന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോൾ ഇത് സംഭവിക്കും അത് ഇത് സയൻസിൽ നിന്ന് വിട്ടിട്ട് ഞാൻ പറയുകയാണ് ഈ സ്കിസഫേണി ആൾക്കാരിലൊക്കെ ഭയങ്കര ഡിലൂഷൻസ് വരുന്നത് മനസ്സിലായില്ലേ ഭയങ്കര ഡിലൂഷൻസ് ഒക്കെ പറയും അതങ്ങനെ സംഭവിക്കാൻ പോകുന്നു സി ഈ സംഭവിക്കുമ്പോൾ അതിങ്ങനെ പറയുന്ന ആൾക്കാരെ അവർ വളർത്തിക്കൊണ്ട് വന്നിട്ടാണ് പലരും ദൈവങ്ങളാകുന്നത് ഓൾ യു അബൌട്ട് ഓൾ മനുഷ്യ ദൈവങ്ങളെ എല്ലാവരും അബ്നോർമലാണ് ദേ നോട്ട് നോർമൽ നമ്മളെ സ്കിസോഫിനെ വേണേൽ they have delusions and hallucination എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അതില്ലേ ഏത് മനുഷ്യ ദൈവങ്ങളിൽ അവർ പറയുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് അത് സൈക്കോളജി പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ വേറെ കുറേ നൂറ് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ എടുത്ത് വെക്കേണ്ടി വരും അതിനൊന്നും നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല ഹിപ്നോസിന് എത്രമാത്രം റിലവൻസ് ഉണ്ട് ഹിപ്നോസിസ് എന്ന് പറയുന്നത് വേറൊരു തലത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അതൊരു സെമി കോൺഷ്യസ് ലെവലിൽ നമ്മൾ കൊടുക്കുന്ന സജഷൻസ് അനുസരിച്ചാണ് നമുക്കതിനെ കിട്ടുന്നത് നമ്മൾ ആദ്യം ഇക്യൂബ്ഡ് ആക്കിയിട്ട് ചെയ്യുന്ന ചെയ്താലേ നടക്കുകയുള്ളൂ നമുക്ക് എല്ലാവരും ഹിപ്നോട്ടി ഹിപ്നോട്ടി ഹിപ്നോട്ടി ചെയ്യാൻ പറ്റില്ല എല്ലാം ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട് അവരെയും എല്ലാവരെയും ഫുൾ ട്രാൻസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ എനിക്ക് ഞാനെപ്പോഴും ആർക്കുന്നുണ്ട് ഞാൻ ഇവിടെ നമ്മുടെ ജയ്പൂർ ജോധ്പൂർ ജോധ്പൂർ ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അന്ന് എൻ്റെ ക്ലാസ് എന്ന് വെച്ചാൽ ഹിപ്നോട്ടിക് റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഹിപ്നോട്ടിക് റിലാക്സേഷൻ ടെക്നിക് ഞാനവിടെ ഇത് ഒരു മാസ് ഒരു ഗ്രൂപ്പിനെ മുഴുവൻ നമ്മൾ ഹിപ്നോട്ടിക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാളെ വിളിച്ച് ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു ഞാൻ ചുമ്മാ ഇയാൾ ഒന്നും പോയിട്ടില്ല ജസ്റ്റ് ഞാനിങ്ങനെ ഇങ്ങനെ സജഷൻ കൊടുത്ത് സജഷൻ കൊടുത്ത് ഞാൻ പുള്ളി ചാടി സ്വാമി എന്ന് പറഞ്ഞ അവിടെ പിന്നെ അവൾ തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പുള്ളി ഇത് പുള്ളിക്ക് എന്താ സംഭവിച്ചതെന്നറിയില്ല ശരിക്കും ആ ട്രാൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവരെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും പക്ഷെ എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മോഡേൺ സൈക്കോളജിയിൽ ഹിപ്നോസിസ് യൂസ് ചെയ്യാറില്ല എന്ന് കേട്ടു അതാ ഞാൻ ചോദിച്ചു ഇതിനകത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോഴത്തെ സംഗതി ഞാൻ പറയാം ഞാൻ സൈക്കോളജി തുടങ്ങുന്ന സമയത്ത് നാലോ അഞ്ചോ മെഡിസിൻസേ ഉള്ളൂ ഇന്നിപ്പോൾ ന്യൂറോൺസിനെയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ they having more than three hundred four hundred medicines അപ്പോൾ പല ഹിപ്നോട്ടിക് ചെയ്യുന്ന പല മെഡിസിൻസിനും ആ ട്രാൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അതാണല്ലോ നമ്മൾ നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ നുണപരിശോധനയ്ക്കൊക്കെ കൊണ്ടിരുന്നത് അവര് ഇപ്നോട്ടിസിന്റെ ആവശ്യമില്ല അല്ലല്ല ആ മെഡിസിൻ കയറ്റിക്കൊണ്ടിരിക്കുക അത് കയറ്റാൻ പരിചയമുള്ള ആൾക്കാർ വേണം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചെയ്താൽ ട്രാൻസ് ചെയ്യുവൻ the they will stop it they will ask question then ദഗൻ they will start the medicine അത് ഡോക്ടേഴ്സ് എല്ലാവരും ഇരുന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ടാണ് വേണ്ടത് ഇപ്പം എല്ലാത്തിനും മെഡിസിൻ ഉണ്ടല്ലോ നിങ്ങൾ ഏത് സ്റ്റേജിൽ കൊണ്ടുവരുന്ന മെഡിസിൻസ് ഉണ്ട് അപ്പം നമ്മളെ റിഗ്രഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ മെഡിസിനെ സി മറവി എന്ന് പറയുന്ന വേറൊരു സ്ഥലത്തിലാണ് റിഗ്രഷൻ ദ മറവി എന്ന് പറയുന്നത് ബ്രെയിനകത്ത് വേറൊരു സ്ഥലത്ത് നടക്കുന്നതാണ് അത് ബയോ സൈക്കോളജി പഠിക്കുമ്പോൾ I will explain to you